ദൈവത്തിന്റെ പൊന്ന തിരുനാമം നല്ല സന്ധ്യാവേളയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആദരണീയരായ ദൈവകുഞ്ഞുങ്ങൾ നല്ല ഗാനങ്ങൾ പാടി കർത്താവിൽ നമ്മെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ ലോകരാജ്യങ്ങളിൽ വിവിധ തലങ്ങളിൽ ഇന്ന് രാത്രിയും മീഡിയയിൽ കൂടി ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മാന്യരായ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ സഹോദരി സഹോദരന്മാർ കർത്താവിന്റെ മഹത്വമാർന്ന വേലയിൽ വിവിധ പട്ടണങ്ങളിൽ അഹോരാത്രം അധ്വാനിക്കുന്ന വിലപ്പെട്ട ദൈവത്തിന്റെ ഭൃത്യന്മാർ പി വൈ സിയുടെ നേതൃത്വം കൊടുക്കുന്ന അതുപോലെ സംഘടനയിൽ അല്ലെലുയ അംഗങ്ങളായിരിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾ എല്ലാ മക്കൾക്കും ഒരു രാത്രി കൂടി ലോകൈക രക്ഷകനും മാനകൂലത്തിന്റെ വീണ്ടെടുപ്പുകാരനുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ധന്യവന്ദനത്തെ ഈ രാത്രി ഞാൻ പ്രകാശിപ്പിക്കുന്നു നിർമ്മലമായ തിരുവഴുത്ത് യേശു ക്രിസ്തുവിനുള്ള സാക്ഷ്യം നിമിത്തം ഒരു രാത്രി കൂടി വചനവുമായി നിങ്ങളുടെ നടുവിൽ നിൽപ്പാൻ സർവകൃപാലുവായ കർത്താവ് ഈ ജൂൺ മാസത്തിന്റെ ആദ്യ ദിവസങ്ങളിലും ഒരവസരവും കൂടെ ഈ പാൻഡമിക് സിറ്റുവേഷനിൽ തന്നതിനായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു ഇത്തരുണത്തിൽ ഈ മൂന്ന് ദിന വചന പ്രഭാഷണ പരമ്പരകളിൽ അവസാന രാത്രി വചന പ്രഘോഷണത്തിന് എന്നെ ക്ഷണിച്ച പി വൈ സിയുടെ ആദരണീയരായ ദൈവ കുഞ്ഞുങ്ങൾക്കുള്ള അകമഴിഞ്ഞ നന്ദി എന്ന് രാത്രി രേഖപ്പെടുത്തുന്നു കർത്താവിന്റെ ദാസന്മാർ അജി കല്ലുങ്കൽ പ്രിയ റോയ്സൺ ലിജോ ജോസഫ് ഇവരെല്ലാവരെയും ഓർത്ത് ദൈവത്തെ ശ്രുതിക്കുന്നു അവരോട് കൂടെയുള്ള എല്ലാ ദൈവ മക്കളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത് ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് ദൈവ കുഞ്ഞുങ്ങൾ കൊടുത്തല്ലോ ഇന്ന് രാത്രി അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി കർത്താവിൽ നമ്മെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ പ്ലസൻ മേമന കർത്താവിൽ ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്ന ഒരേ വേദികളിൽ അടുത്തടുത്ത് താമസിക്കുവാനും പ്രസംഗിക്കുവാനും എവിടെ ചെന്നാലും വളരെ സ്നേഹത്തോടെ എന്നോട് പറയുകയും കർത്താവിന്റെ വരവ് പ്രസംഗിക്കാൻ പറയുന്ന കർത്താവിന്റെ ദാസനെ ഇന്ന് രാത്രി കൂട്ടായ്മയിൽ കർത്താവ് കൊണ്ടുവന്നതിനായി സ്തോത്രം ഫിലിപ്പ് കെ അബ്രഹാം അപ്പോൾ തന്നെ ഇന്ന് രാത്രി ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന സോവി മാത്യു സാറിനെ ഓർത്തി ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു കർത്താവിൽ ബഹുമാന്യ സ്നേഹിതനും കർത്തൃവേലയിൽ വ്യാപകൽ ദൈവത്തിന്റെ ദാസനെ ഓർക്കുന്നു അപ്പോൾ തന്നെ എനിക്ക് മുമ്പായി വിലപ്പെട്ട ദൈവത്തിന്റെ വചനം സംസാരിച്ച പശു ശിവ മാത്യു അദ്ദേഹത്തിനോടുള്ള നന്ദിയും രേഖപ്പെടുത്തുന്നു അന്ത്യകാലത്ത് നമുക്ക് ഒരു ഉണർവിന് വേണ്ടി നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാമെന്നുള്ള പ്രത്യാശയുടെ ദൂതുമായി രാത്രി വചനം പകർന്ന ദൈവദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരു സമയം എന്റെ മുൻപിൽ വെച്ചിട്ടുണ്ടെങ്കിലും ഒരു നാലഞ്ച് മിനിറ്റ് മുൻപോട്ട് പോയാലും ദൈവവും ഞങ്ങളെ സ്ഥലം വിട്ടു പോകരുത് നാളെ നമുക്ക് മീറ്റിങ്ങും ഇല്ല പ്രത്യേകിച്ച് എന്റെയും കാട്ടിയായിരുന്ന പ്രിയ ബെമ്പൗലോസ് മാസ്റ്റർ അനുസ അനുസ്മരണമാണല്ലോ അപ്പോൾ തന്നെ ഇതൊരു സഭയ്ക്കോ ഒരു സംഘടനയ്ക്കോ ഒന്നും എതിരല്ല വരുവാൻ പോകുന്ന കാലഘട്ടത്തെ പറ്റി ഇന്ന് രാത്രി സക്രിയ പ്രവചനത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നാം വചനത്തിലേക്ക് കടക്കുന്നത് ഏവരും മനസ്സിലാക്കേണ്ട ചില സംഭവങ്ങൾ ഇന്ന് രാത്രി വ്യവസ്ഥയോടെ ബൈബിളിന്റെ തനിമയോടെ ചരിത്രത്തോടെ പറഞ്ഞ പറഞ്ഞ് അവസാനിപ്പിക്കും മക്കളെ എട്ട് വാക്യങ്ങളൊക്കെ അതിൽ നാലഞ്ചാറെണ്ണം ഞാൻ വാക്യ വായിക്കാം കയ്യിൽ പേനയും ബുക്കും ഉള്ള കുഞ്ഞുങ്ങളൊക്കെയും ഇതെടുത്തൊന്ന് നോട്ട് ചെയ്യണം പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങൾ ദൈവദാസന്മാരും ഒക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ എല്ലാം പ്രവചനങ്ങളായിരിക്കും അതുകൊണ്ട് ദൈവകുഞ്ഞുങ്ങൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുകയും നിങ്ങൾ അനേകം പേരോട് സുവിശേഷം പറയുവാൻ ഈ കാലഘട്ടത്തിൽ ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ പി വൈ സിയെ ഞാൻ ഓർക്കുന്നു ഭംഗിവാക്കുകൾ പറയല്ലേ ഈ കോവിഡ് കാലത്തും ദൈവം ഞങ്ങൾ അനേക സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കിറ്റൊക്കെ കൊടുക്കുവാനും അതിന് കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ദേവദാസന്മാർക്ക് മരുന്ന് കഴിക്കാനൊക്കെ പൈസ കൊടുത്തല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏഴ് ദിനം അവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയും കാര്യങ്ങളെ ചെയ്തെടുക്കുവാൻ ദൈവം ഇടയാക്കി ഇനിയും മഹത്വാനായ ദൈവം ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിപ്പാൻ ഓരോ മക്കളെയും ദൈവം ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഇത് ലീഡ് ചെയ്യുന്ന മീഡിയ ക്രൈസ്തവ എഴുത്തുപുര ശാലോം ധ്വനി എൻ്റെ പ്രിയ സ്നേഹിതൻ ക്രിസ്ത്യൻ ലൈവ് അജിബ്രദർ ഇവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിനത്തിൽ ഒരു കൂട്ടായ്മ തന്നതിനായി സ്തോത്രം തിരുവചനത്തിലേക്ക് പ്രവേശിക്കാം ലോകം ഏഴ് വൻകര ഏഷ്യ ആഫ്രിക്ക തെക്കേ അമേരിക്ക വടക്കേ അമേരിക്ക ഓസ്ട്രേലിയ അന്റാർട്ടിക്ക ഇരുന്നൂറ്റി അറുപത്തിരണ്ട് രാഷ്ട്രങ്ങൾ സുന്ദരമായ ലോകം എണ്ണൂറ് കോടിയിലേക്ക് ജനസംഖ്യ കടക്കുന്നു പ്രിയ കുഞ്ഞുങ്ങളെ ആറായിരം ഭാഷ സംസാരിക്കുന്ന ലോക മനുഷ്യൻ അശാന്തിയുടെയും അശരണരുടെയും നിലവിളിയുടെയും രോദനങ്ങളുടെയും കവലകളും കമ്പോളങ്ങളുമായി ലോകം മാറുന്നു കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിൽ ചൈനയിൽ നിന്നും രണ്ടായിരത്തി ഇരുപതിൽ നമ്മുടെ കേരളത്തിൽ നിന്നും അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഈ വൈറസ് വ്യാപരിച്ചു കഴിഞ്ഞു നോവൽ കൊറോണ കോവിഡ് നയൻറ്റീൻ എന്ന വൈറസ് ഒരു ഗ്രാം അൺസീൻഡ് വൈറസ് മ്യൂട്ടേറ്റ് ചെയ്ത് അമേരിക്കയിലെ ഒഹിയോ മുതൽ ഇന്ന് കന്യാകുമാരി കടൽ തീരം വരെ ഇത് വ്യാപിച്ചു കഴിഞ്ഞു പ്രിയപ്പെട്ട ദൈവമക്കളെ ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തൊരു വലിയ കഷ്ടമൊന്നും ഉണ്ടാകും ഏത് രാജ്യത്ത് ചെന്നാലും ഏത് പട്ടണത്ത് ചെന്നാലും ഏകദേശം ഈ പത്ത് പന്ത്രണ്ട് കാര്യം ഇന്ന് അറിയാത്ത കുഞ്ഞുങ്ങളില്ല അഞ്ചു വയസ്സുള്ള അപ്പച്ചൻ മുതൽ അഞ്ചു വയസ്സുള്ള മോൻ മുതൽ എൺപത്തഞ്ചു വയസ്സുള്ള അച്ചായൻ വരെ ഇന്നറിയാം sanitiser hand wash keep distance lockdown quarantine അത് കഴിഞ്ഞിട്ട് mask containment zone hotspot B P kit Truenat antigen അത് കഴിഞ്ഞിട്ട് R T P C R ഇതറിയാത്ത ഒരു കുഞ്ഞുങ്ങൾ പോലും ഇല്ല ലോകരാഷ്ട്രങ്ങളിൽ ഇത് കേട്ട് കഴിഞ്ഞെങ്കിൽ ഇതൊരവസാനമോ അങ്ങനെയെങ്കിൽ എൻഡ് ഓഫ് ദ കോവിഡ് ഒരു സ്ഥലത്ത് കോവിഡ് ആഞ്ഞടിക്കുന്നു ഒരു സ്ഥലത്ത് അത്യാവുന്ന ഇസ്രയേൽ മറുസ്ഥലത്ത് ജെറുസലേം എന്ന പട്ടണത്തിന് വേണ്ടിയുള്ള മുറവിളി അതിനെ അടിസ്ഥാനപ്പെടുത്തി ഇന്ന് രാത്രി നാം ഒരുമിച്ച് ചിന്തിക്കും പ്രകൃതിക്ഷോഭങ്ങൾ നാം കാണുന്നു ആസാം ഭൂകമ്പം നടക്കുന്നു ഉത്തർ പിന്നെ അതുപോലെ തന്നെ പല ഉത്തരാഖണ്ഡിൽ പെരുമഴ പെയ്തിറങ്ങുന്നു ഈ ലക്ഷണങ്ങൾ മുഴുവൻ കർത്താവിന്റെ വരവിനോടനുബന്ധിച്ച് യേശുക്രിസ്തു ഒലിവുമലയിൽ പറഞ്ഞ പ്രഭാഷണത്തിന്റെ നിവൃത്തിയായി അത്തിയാകുന്ന ഇസ്രയേൽ തളക്കണം കോവിഡിന്റെ മറവിൽ അവനടുക്ക് ഭരണത്തിൽ കയറാൻ ശ്രമിക്കണം ആകാശവും ഭൂമിയിലും ലക്ഷണങ്ങൾ ഉണ്ടാകും ജെറുസലേമിനെ ചൊല്ലി ഒരു വേനൽ അന്ത്യകാലത്ത് അതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഇന്ന് രാത്രി പ്രതിപാദിക്കുന്ന എല്ലാ മക്കളും ദൈവകൃപയാൽ പ്രാർത്ഥനയോടെ ആയിരിക്കണം തുടങ്ങി വെക്കുന്നു സക്രിയ പ്രവചനം പന്ത്രണ്ട് രണ്ട് മൂന്ന് വാക്യങ്ങൾ വിശുദ്ധ തിരുവചനത്തിൽ സക്രിയ പ്രവചനം പന്ത്രണ്ട് രണ്ട് മൂന്ന് വാക്യങ്ങൾ ഞാൻ യെരുസലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമ മാത്രമാക്കും എരുഷലേമിന്റെ നിരോധനത്തിങ്കൽ അത് വരും അന്നാളിൽ ഞാൻ എറുഷലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള ഒരു കല്ലാക്കി വെക്കും അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കപ്പെടും ഭൂമിയിലെ സകല ജാതികളും അതിനെതിരെ വിരോധമായി കൂടി വരും പ്രഭാഷണം ശ്രദ്ധിക്കുന്ന ദൈവകുഞ്ഞുങ്ങളെ നാല് പോയിന്റ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഒന്ന് ഭാരമുള്ള കല്ല് രണ്ട് ജെറുസലേം എപ്പോൾ പരിഭ്രമ പാത്രമാകും മൂന്ന് ജാതികൾ എപ്പോൾ അതിനെതിരെ കൂടി വരും നാല് ആ ജാതികൾ അതിനെതിരെ കൂടി വരും നാല് കഠിനമായി ജെറുസലേമിനെ തൊടുന്നവൻ മുറിവേൽക്കപ്പെടും ഈ നാല് കണ്ടന്റ് പറയുമ്പോൾ പ്രവചന പ്രകാരമുള്ള ദൂത് പറയുമ്പോൾ ഇന്ന് രാത്രി പ്രഭാഷണം അവസാനിപ്പിക്കും ദൈവകുഞ്ഞുങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കണം എല്ലാ കണ്ണുകളും ഒരു നിമിഷം ദൈവസന്ധിയിലേക്ക് അടയട്ടെ പ്രത്യേകിച്ച് പ്രിയവയസിയുടെ ചെറുപ്പക്കാരുടെ ഒരു നല്ല കൂട്ടം തന്നെ ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ടെന്ന് കൃപയാൽ ഞാൻ വിശ്വസിക്കുന്നു പെന്തസ്കോളത്തിനപ്പുറത്ത് മറ്റു പലരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ടെ ഇന്ന് രാത്രി സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന ദൈവം എവിടെയെല്ലാം സ്തുതി ഉയർന്നിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവമഹത്വം വെളിപ്പെട്ടിട്ടുണ്ട് ഓ പൗലോസിനെയും ശീലാസിനെയും ലോകം കൊടുക്കാവുന്ന ഏറ്റവും വലിയ പീഡകരമായ അവസ്ഥയിൽ കൊണ്ടുപോയി ശരീരമാസകല അവരുടെ മുറിവേറ്റു എന്നാൽ കാരാഗ്രഹത്തിന്റെ അന്തരംഗത്തിനകത്ത് അവരുടെ നാവ് മാത്രം സ്വതന്ത്രമായിരുന്നു ആ തുറന്ന നാവ് കൊണ്ട് ദൈവസന്നിധിയിൽ അവർ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ നിന്ന് രാത്രി ആരാധിക്കുന്ന ദൈവമക്കളെ അവരുടെ കെട്ടുകൾ അഴിഞ്ഞു മാറുവാൻ ഇടയായി തീർന്നു രണ്ടാമത്തെ കാര്യം കാരാഗ്രഹ പ്രമാണി മുട്ടുമടക്കുവാൻ ഇടയായി തീർന്നു ആരാധന വെളിപ്പെട്ടപ്പോൾ കാരാഗ്രഹത്തിനകത്തുള്ളവർ മതിൽ ചാടി പുറത്തു പോകാൻ ശ്രമിച്ചില്ല അവർ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ ഇടയായി തീർന്നു ഇന്ന് രാത്രി ആരാധനയുടെ മഹത്വം നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഈ പാൻഡമിക് സിറ്റുവേഷനിലേക്ക് രണ്ടേ ഉള്ളൂ അതിന്റെ നടുവിൽ വാഗ്ദത്ത പ്രകാരം ആഗതനാകാമെന്ന് പറഞ്ഞ പൊന്നു കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട് ശ്രുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന മഹത്വവാനായ ദൈവ ഇന്ന് രാത്രി പിതാവേ മാതാവേ സഹോദര ചെറുപ്പക്കാര ചെറുപ്പക്കാരി ഇന്ന് രാത്രി വിശ്വാസത്തോടെ നീ ആരാധിച്ചാൽ ഇന്ന് രാത്രി നിന്നെ കെട്ടിയിരിക്കുന്ന കെട്ടുകളെ തകർക്കുക നിനക്കെതിരെ പോരാട്ടം അഴിച്ചു വച്ചിരിക്കുന്ന പിശാചിന്റെ കോട്ടകളെ തകർക്കുക ഒരുപക്ഷെ ബന്ധനത്തിൽ നിന്ന് ആരൊക്കെ നിന്നെ തുറന്നു വിടത്തില്ലെന്ന് കെട്ടി പറഞ്ഞാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ മൂന്നാമത് രാത്രി വിശ്വാസത്തോട് അവരുടെ കുടുംബങ്ങളിലകത്ത് സഭയ്ക്കകത്ത് മീഡിയ പ്ലാറ്റ്ഫോമിനകത്ത് വിശ്വാസത്തോട് ഇന്ന് രാത്രി പ്രേരണം എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്ക് ആര് പറവോന്യ ശക്തികൾ എന്നെ ബന്ധനത്തിൽ വെച്ചാൽ എന്റെ ഭാവിക്കെതിരെ പോരാട്ടം അയച്ചാൽ ഈ കോവിഡ് കാലത്ത് ശത്രു എന്നെ തകർക്കാൻ ശ്രമിച്ചാൽ ഇന്ന് രാത്രി കരുണാമയനായ ദൈവത്തിന്റെ കര എനിക്ക് വേണ്ടി വെളിപ്പെടുന്ന രാത്രിയാണ് എത്ര പേർ ദൈവത്തെ സ്തുതിക്കുവാൻ ഇന്ന് രാത്രി മുന്നോട്ട് വരുമോ കാരാഗ്രഹത്തിനകത്ത് പ്രവർത്തിച്ച ദൈവശക്തിയുടെ വ്യാപ്തി ഈ മൂന്നാമത് രാത്രി വെളിപ്പെടുന്ന രാത്രിയാ കരുണാമയനായ ദൈവമേ സ്വർഗസ്ഥ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു ഒരു രാത്രി കൂടി ഞങ്ങൾ തിരുപ്പാത പീഠത്തിലേക്ക് കടന്നു വരുന്നു മഹത്വാനായ ദൈവമേ ആ പങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ എന്റെ ദൈവം അനുവദിക്കുകയില്ല എളിയവർ നിലവിളിച്ച് അഹോവ കേട്ടു എന്ന വചനത്തിന്റെ നിവർത്തി പ്രകാരം കുഞ്ഞുങ്ങളുടെ ഹല്ലിൽ നാളത്തെ പ്രാർത്ഥനയും കഷ്ടതയുടെയും കണ്ണുനീരിന്റെയും ഫലമായി മൂന്ന് ദിവസം ഈ പാൻഡമിക് സിറ്റുവേഷനിൽ ഒരു യോഗം എന്റെ കർത്താവ് വെച്ചെങ്കിൽ ഇതിന്റെ പിൻപിൽ കർത്താവിന്റെ കരം ചലിക്കുന്ന രാത്രിയായി ആയി മാറട്ടെ ഉൽപ്പത്തിയിൽ എഴുതി തുടങ്ങിയിട്ടുണ്ടല്ലോ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചോ വെള്ളത്തിന്മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചോ പാഴും ശൂന്യവുമായ ഭൂമിക്കകത്ത് ഒരു ചലനം അത് ഉണ്ടാക്കിയെങ്കിൽ പി വൈസൂടെ കൺവെൻഷന്റെ അവസാന നാളിൽ ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശുനാഥൻ ചൊല്ലി ദാഹിക്കുന്ന ഏവന് എന്റെ അടുക്കലേക്ക് വരട്ടെ എന്റെ ഉള്ളിൽ വിശ്വസിക്കുന്നവന്റെ അകത്ത് നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ മാസത്തിന്റെ തുടക്ക ദിവസങ്ങളിൽ ഒരു പരിശുദ്ധാത്മാവിന്റെ നദിയുടെ ഒഴുക്ക് നിന്റെ കുഞ്ഞുങ്ങളുടെ ലൂയ അകത്തളങ്ങളിലേക്ക് ചലിക്കുന്ന രാത്രിയായി മാറട്ടെ മുട്ടോളമല്ല അരയോളമല്ല നീന്തി തുടിക്കുവാൻ കഴിയാത്ത ഒരു കൃപ ഞങ്ങളുടെ ചെറുപ്പക്കാരിലേക്ക് ഈ ദിവസങ്ങളിലെ പകരുന്ന രാത്രിയായി മാറട്ടെ ഇന്ന് രാത്രി വേദനയോടെ ഇരിക്കുന്നവരുടെ വേദനകൾ മാറുക ദുഃഖത്തോടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ദുഃഖങ്ങൾ മാറുക പ്രയാസത്തോടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾ മാറുക കാൽവറിയിലെ മുറിഞ്ഞ കരം ഇന്ന് രാത്രി ചലിക്കട്ടെ ഇന്ന് രാത്രി അനവധി കിടക്കകളിനകത്ത് കോവിഡ് രോഗികളുണ്ട് വെന്റിലേറ്ററിനകത്തുണ്ട് ഐ സിയുലുണ്ട് സി സിയിലുണ്ട് കർത്താവ് വീട്ടിനകത്ത് ലോക്ക്ഡൌണിൽ ഞങ്ങൾ കാണുന്നവരുണ്ട് ഒരുപക്ഷെ ഹല്ലിൽ ക്വാറന്റൈനിൽ മീഡിയയിൽ കൂടി ഞങ്ങളെ കാണുന്നവരുണ്ട് യേശു തൊട്ടവര് യേശുവിന്റെ തൊട്ടവര് യേശു ഒരു വാക്ക് കൽപ്പിച്ചവർ സൗഖ്യമായെങ്കിൽ പന്ത്രണ്ട് വർഷം രക്തസ്രാവക്കാരിയ സ്ത്രീ വിശ്വാസത്തോട് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിലേക്ക് തൊട്ടപ്പോൾ അത്ഭുത വല്ലമയ ആണ്ടവരിൽ വല്ലമയ അവളുടെ ശരീരത്തിലേക്ക് വ്യാപരിച്ചതുപോലെ ഇന്ന് രാത്രി കല്ലറകളെ പൊട്ടിച്ച വരച്ചവനെ ഉയർപ്പിച്ച അല്ലേലൂയ ദൈവശക്തി ഈ അവസാന രാത്രി വ്യാപരിക്കുമ്പോൾ അത്ഭുത വിടുതൽ പകരുവാൻ കരുത്തുറ്റ ദൈവത്തിന്റെ കര ഇന്ന് രാത്രി ചലിക്കുന്ന രാത്രിയായി മാറട്ടെ ശബ്ദരാധിക ജാനബൗഡാക ഹത്തുനെ ഘടാന്തരാതിയ പാമ്പുകളെ തേളുകളെ ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുക ഇന്ന് രാത്രി ഞങ്ങൾക്ക് അധികാരം തന്നതുപോലെ ഒരഭിഷേകത്തിന്റെ ഉണർവോട് ഇന്ന് രാത്രി ദൈവജനം പ്രാർത്ഥിച്ച് അവസാനിച്ച് നിത്യതയ്ക്ക് വേണ്ടി പ്രിയന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടത്ത് ലൂയ ഇന്ന് രാത്രി ഇതിനകത്ത് വാർത്തെടുക്കണമേ ഇതിന്റെ പിൻപിലായി പ്രാർത്ഥിക്കുന്നവർ വചനം പറഞ്ഞവർ പല കാര്യം ചെയ്തവർ എല്ലാം എന്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ ലോക രാജ്യങ്ങൾ മുഴുവൻ ഞങ്ങളെ വീക്ഷിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഇന്ന് രാത്രിയിലെ കാൽവറിയിലെ മുറിഞ്ഞ കരത്താൽ സ്വർഗം ടച്ച് ചെയ്യുന്ന രാത്രിയായി മാറട്ടെ ഒരു ദിനം കൂടി തിരുവഴുത്തുമാടിയും നിൽക്കുന്നു രാത്രിയും ശ്വാസത്തിന്റെയും ശാരീരികമായ ക്ലേശനങ്ങൾ ഉണ്ടെങ്കിൽ പൗലോസ്ലേ അത് അന്യൻ ചൊല്ലിയതുപോലെ തന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ എന്ന് പറയുവാൻ ഒരു അന്ത്യകാലത്തിന്റെ ദൂത് പറയുവാൻ എളിയവനെ ബലപ്പെടുത്തണം ഒരു സഭയ്ക്കോ ഒരു കുഞ്ഞുങ്ങൾക്കോ ഒരു മാതാപിതാക്കൾക്കോ ഒരു മക്കൾക്കോ ദുഃഖം വരാതെ സ്വർഗത്തിൽ എന്തേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം രാത്രി നിന്റെ മക്കളിലേക്ക് വ്യാപരിക്കുമ്പോൾ തരുന്ന ലുതിയായുടെ ഹൃദയം തുറന്നതുപോലെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി ശുശ്രൂഷയിലേക്ക് കടക്കുവാൻ ഒരു കൂട്ടത്തെ പരിശുദ്ധാത്മാവ് ഇതിൽ നിന്ന് വാർത്തെടുക്കണം ഇതിലായിരിക്കുന്ന എല്ലാ ടെക്നിക്കൽ സൈഡ് എല്ലാ മീഡിയ എല്ലാ നെറ്റ്വർക്കുകളെ സ്വർഗത്തിന്റെ കരങ്ങൾ തരുന്നു ഇന്ന് രാത്രി ആദിയോടന്ത തിരുസാന്നിധ്യത്തിൽ മറയ്ക്ക് ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ ഇന്ന് രാത്രി ഉയരണ്ട അപ്പച്ച ക്രൂശിക്കപ്പെട്ട യേശുവിന്റെ നാമം മാത്രം പി വൈ സിയുടെ ഈ മീറ്റിംഗിൽ ഉയരണം എല്ലാ മക്കളെയും അനുഗ്രഹിക്കുക അപ്പച്ചന് യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ അമ്മീൻ ഇന്ന് രാത്രി വചനം ശ്രദ്ധയോടെ നാല് കാര്യങ്ങൾ പറയുമ്പോൾ അവസാനിപ്പിക്കാം ചരിത്രത്തിൽ കൂടി കടക്കും ഇന്നത്തെ അഷ്കലോൻ അഷ്തോദ് ഇതിനെപ്പറ്റി പറയുമ്പോൾ ക്ലിയർ ആയിട്ട് എവിടെ ഒരു യുദ്ധം നടക്കും അതിലേക്ക് കടന്നു വരും ഇപ്പോൾ നാം ആയിരിക്കുന്ന കാലഘട്ടം ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരാം യോബയിൽ സംവത്സരമായി ഇസ്രയേലിന്റെ അവരെ മടങ്ങി വരവിന്റെ കാലം ഒന്നുകൂടി പറഞ്ഞാൽ യഹൂദന്റെ തൽമൂത് പ്രകാരം ശബത്തുകളുടെ ശബത്ത് എന്ന് വിശേഷിപ്പിക്കാവുന്ന കാലഘട്ടത്തിലേക്ക് ഇസ്രയേൽ വന്നിരിക്കുന്നത് ഇസ്രയേലുമായിട്ടുള്ള ബന്ധത്തിൽ നാല് കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ അടയാളങ്ങളുടെ അവസാനം അഥവാ കർത്താവിന്റെ വരവിനോടനുബന്ധിച്ചുള്ള ലക്ഷണങ്ങളുടെ അവസാനത്തിലെ തലമുറയായി ഇന്ന് ഇസ്രയേൽ മാറ്റപ്പെട്ടിരിക്കുന്നു വായിച്ച ഭാഗം ശ്രദ്ധയോടെ ഞങ്ങൾ ശ്രദ്ധിക്കണേ മക്കളെ വായിച്ച ഭാഗം സെക്രിയ പ്രവചനം എ ഡി അഞ്ഞൂറ്റി ഇരുപത് നാനൂറ്റി എൺപത് കാലഘട്ടത്തിന്റെ നിറവിൽ ഇന്ദോ പ്രവാചകന്റെ മകനായ സക്കരിയാവ് എഴുതിയ പ്രവചനം ആ സക്കരിയ പ്രവചനം പതിനാല് അധ്യായങ്ങൾ ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി പതിനൊന്ന് വാക്യങ്ങൾ മുപ്പത്തി എട്ടാമത്തെ പുസ്തകമാ പഴയ നിയമത്തിലെ പ്രവചനമായ സക്കരിയാവ് സെരുബാബേലും യോശുവ പുരോഹിതനെ ഇതിനകത്ത് ആലേഖനം ചെയ്തിരിക്കുന്നു യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തെ പറ്റിയും ഇസ്രയേലിനെ പറ്റിയും വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവചനത്തിന്റെ ദൂതുകള ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് നാല് ഭാഗം ഞാൻ ദൈവനാമത്തിൽ നിങ്ങളോട് പറഞ്ഞു ഒന്ന് ഭാരമുള്ള കല്ല് എപ്പോൾ ഇസ്രയേൽ ഭാരമുള്ള കല്ലായി നമ്പർ ടു രണ്ട് അവൻ പരിഭ്രമ പാത്രമുള്ള ഒരു കല പരിഭ്രമ പാത്രമാകുന്നത് എപ്പോൾ മൂന്ന് ഭൂമിയിലെ സകല ജാതികൾ അതിനെതിരെ എപ്പോൾ കൂടി വരും നാല് ഇവർ എപ്പോൾ കഠിനമായി മുറിവേൽക്കപ്പെടും അതിലേക്ക് ഇന്ന് രാത്രി കടക്കാം ജെറുസലേം ഈ ജെറുസലേം വന്നതിന്റെ ചരിത്രം തൊട്ട് നമ്പർ വൺ പരിഭ്രമപാത്രം രണ്ട് നമ്പർ വൺ ഭാരമുള്ള കല്ല് നമ്പർ ടു പരിഭ്രമപാത്രം ജാതികൾ അതിലെതിരെ നാല് കഠിനമായി മുറിവേൽക്കപ്പെടും അതിനെ അടിസ്ഥാനപ്പെടുത്തി യേശുക്രിസ്തുവിന്റെ വേഗപ്രത്യക്ഷതയോടുള്ള ഇസ്രയേലിനോടുള്ള ബന്ധത്തിലെ വേനൽ എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഈ രാത്രി നാം ചിന്തിച്ചു തുടങ്ങുന്നത് ജെറുസലേം ജെറുസലേമിന്റെ പ്രത്യേകത ലോക ചരിത്രത്തിൽ പതിനേഴ് കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പട്ടണമാ ജെറുസലേം നമ്പർ വൺ യേശുവിന്റെ ജനനം നടന്ന പട്ടണം നമ്പർ ടു അയ്യായിരം വർഷ പഴക്കമുള്ള പട്ടണം മൂന്ന് ഹോളി ലാൻഡ് വിശുദ്ധ സ്ഥലം മൂന്ന് മതങ്ങളുടെ സംഗമഭൂമി ക്രൈസ്തവ മതം യഹൂദ മതം ഇസ്ലാം മതം നാല് ഇരുപത്തിയൊന്ന് രാഷ്ട്രങ്ങളുടെ നടുവിൽ ഇത് സ്ഥിതി ചെയ്യുന്നു അഞ്ച് ദാവീദിന്റെ പട്ടണമെന്ന് യഹൂദനടക്കമുള്ളവർ വിശേഷിപ്പിക്കുന്നു ആറ് മുസ്ലിം സഹോദരങ്ങളുടെ മക്ക മദീന കഴിഞ്ഞാൽ അലക്സ മോസ്ക് ഇവിടെ സ്ഥിതി ചെയ്യുന്നു അവരുടെ പുണ്യ കേന്ദ്രം ഏഴ് യേശുവിന്റെ ക്രൂശ് ചുമന്ന സ്ഥലം കിദ്രോൻ ഇവിടെ എട്ട് യേശുവിന്റെ ശവശരീരത്തിൽ തൈലലേപനം നടത്തിയത് ഇതേ പട്ടണം ഒൻപത് യേശുവിനെ അടക്കിയ കല്ലറ ഈ പട്ടണത്തിന്റെ താഴ്വാരം പത്ത് യേശു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് മൂന്നാം ദിവസം കാത്തിരിക്കുന്ന ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്ന് നിങ്ങൾക്ക് സമതാ സമാധാനം എന്ന് പറഞ്ഞത് ഇതേ പട്ടണം പതിനൊന്നാമത്തെ സംഭവം ഡോം ഓഫ് ദ റോക്ക് അഥവാ ഇസ്ലാം സഹോദരങ്ങൾ വിശ്വസിക്കുന്ന അവരുടെ പ്രവാചകൻ സ്വർഗാരോഹണം മിറാജ് അത് ചെയ്ത ഈ പട്ടണത്തിൽ നിന്ന് അപ്പോൾ തന്നെ ഇതിന് മറ്റൊരു പുറത്തെ ചരിത്രം അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിക്കാൻ കൊണ്ടുപോയ സ്ഥലവും ഇതേ ഡോം ഓഫ് റോക്ക് എന്ന് ചരിത്രം പറയുന്നു തെളിവില്ല പന്ത്രണ്ടാമത്തെ സംഭവം യേശുവിന്റെ അമ്മ മറിയയുടെ കല്ലറ ഇതിന്റെ തൊട്ട് താഴെയുള്ള താഴെ ഒരു പള്ളിയായി നിലനിൽക്കുന്നു ജെറുസലേമിനോടനുബന്ധിച്ച് പതിമൂന്നാമത്തെ സംഭവം ലോക ചരിത്രത്തിൽ അറുപത് പ്രാവശ്യം യുദ്ധം നടന്ന ഒരു പട്ടണം ജെറുസലേം പതിനാലാമത്തെ സംഭവം നാൽപ്പതിൽ പരം പ്രാവശ്യം ഇവിടെ ജനങ്ങളെ ഒഴിച്ചു മാറ്റി പതിനാറാമത്തെ സംഭവം മൂന്ന് പ്രാവശ്യം ഈ പട്ടണം മുറിവേൽക്കുവാൻ ഇടയായി പതിനേഴാമത്തെ സംഭവം ഇസ്രയേലിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു അവൻ ചെറുപ്പ പിന്നത്താ മരിച്ച തിയോഡർ ഹെർസൺ യഹൂദന്റെ വരവിന് വേണ്ടി ആ ചെറുപ്പക്കാരന്റെ ശവകുടീരം ഇതേ ജെറുസലേമിനകത്ത് അങ്ങനെ ഒരു പട്ടണം യഹൂദൻ ആർക്കെങ്കിലും വിട്ടുകൊടുക്കുമോ the point is come number one നിർണായകം ഭാരമുള്ള കല്ല് നമ്പർ ടു പരിഭ്രമ പാത്രം നമ്പർ ത്രീ ജാതികൾ അതിനെതിരെ വിരോധമായി കൂടി വരും നമ്പർ ഫോർ കഠിനമായി മുറിവേൽക്കപ്പെടും അങ്ങനെയെങ്കിൽ ഇസ്രയേലിന്റെ ചരിത്രത്തിൽ നിന്ന് നേരെ നാം യഹൂദനുമായിട്ടുള്ള ബന്ധത്തിലേക്ക് സന്തതി പരമ്പരകളും ഇസ്രയേൽ അങ്ങനെ തളർത്തു ജെറുസലേമിന്റെ വിഷയത്തിൽ എന്ന് കോൺഫ്ലിക്ട് ഇപ്പോഴത്തെ ഇറാൻ ഇതത്ര പറയുമ്പോൾ ഈ രാത്രി സന്ദേശം അവസാനിക്കും ഒരു ചെറിയ കഥയിലേക്ക് ഞാൻ കടക്കുന്നു കൽതയ പട്ടണമായ ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളുടെ നടുവിൽ തേജോമയനായ ദൈവം അബ്രഹാമിനെ വിളിക്കുന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ട് കിലോമീറ്റർ അഥവാ മെസപ്പട്ടോമിയയും കനാനും അഥവാ ഇന്നത്തെ ഇസ്രയേലുമായി അബ്രഹാമിന് വാഗ്ദത്തം കൊടുക്കുന്നു ഉൽപ്പത്തിയിൽ പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും അല്ലെങ്കിൽ നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോയി ഭൂമിയിലെ പൊടി പോലെ കടൽക്കരികളെ മണൽത്തര പോലെ ആയിത്തീരും ഇതെല്ലാം പ്രോമിസ അങ്ങനെ അബ്രഹാമിനെ കൊണ്ടുപോകുന്നു പിന്നത്തതിൽ വാർദ്ധക്യകാല സന്തതിയായി ഇസഹാക്ക് ജനിക്കുന്നു ഉൽപ്പത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് ബൈബിളും കോട്ടി ചെയ്ത് പൊക്കോണ ഇസ്രയേലിന്റെ ചരിത്രം എന്ന് പലരും ഈ അധിനിവേശത്തെ പറ്റി പറയുന്നത് കൊണ്ട് ഈ ചരിത്രം മനസ്സിലാക്കണം മൂന്ന് മൂന്നാം അബ്രഹാമിന് ഇസഹാക്കിലേക്ക് ഇസഖാക്ക് ജനിക്കുന്നു ഇസഹാക്ക് പിന്നത്തതിൽ റബേക്ക റബേക്കയുടെ ഇസഹാക്ക് റബേക്കെ പരിഗ്രഹിക്കുന്നു രണ്ട് തലമുറകൾ ഒന്ന് യാക്കോബും യേശാവും അപ്പനെയും ചേട്ടനെയും പറ്റിച്ച് യാക്കോബ് ഒരു യാത്ര പോയില്ലേ പ്രിയപ്പെട്ട ദൈവമക്കള് പോയത് അരാമ്യനായ ലാബാന്റെ അടുത്തേക്ക് ഈ ഈ ലൂസിൽ വെച്ച് അവനൊരു വാഗ്ദത്തം കിട്ടി സ്വർഗത്തിന്റെ കോവണി ഇറങ്ങി വന്നു നല്ല ദർശനമുള്ളവനായിരുന്നു കോസിലെ യുവജന തലമുറയെ കേട്ടോണ്ടിരിക്കുക അതിൽ ആ ദർശനത്തിൽ ആ അമ്മ കൊടുത്ത വെള്ളവും പോയി അപ്പന്റെ വീട്ടിൽ നിന്ന് അടിച്ച വടിയും പോയി അങ്ങനെ അവ ലാബാന്റെ വീട്ടിലെത്തുന്നത് ലാബാൻ അവനെ കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടല്ലോ ആടുമാടുകളും തോട്ടവും സൗകര്യവും ഒക്കെ കൊടുത്തപ്പോഴുണ്ടല്ലേ ഇതൊരു അന്ത്യകാല പ്രസംഗമാണെങ്കിൽ അവന്റെ വാഗ്ദത്തത്തെ അവൻ മറന്നുപോയി ഇന്ന് രാത്രി സുഖം വരും സൗകര്യം വരും വാഹനം തരും അനിയന്ത്രിതമായ പണമൊക്കെ കൈവരുമ്പോൾ നിന്നോട് ദൈവം പറഞ്ഞ ദർശനം നീ മറന്നുപോയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ എന്ന് ലാബാന്റെ വീട്ടിൽ തിന്നുപിടിച്ചോണ്ട് നിനക്ക് കിടക്കാൻ പറ്റുമെന്നട യാക്കോബെ നീ നോക്കേണ്ട കാര്യമില്ല നിനക്കൊരു തിരിച്ചുവരവുണ്ടാവും ഇന്ന് രാത്രി ദർശനത്തിന് വേണ്ടി ഇറങ്ങിയ ദൈവത്തിന്റെ ദാസന്മാര് ഒരുപക്ഷെ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ പരിമിതത്തിനപ്പുറം ചിലപ്പോൾ സൗകര്യങ്ങൾ സൗകര്യങ്ങളും ഒക്കെ വരുമ്പോൾ നിങ്ങളുടെ വാഗ്ദത്തത്തെ മറന്ന് നിങ്ങൾ ചലിക്കുവാൻ ഇടയാകരുത് ഏത് ലാബാന്റെ വീട്ടിൽ കടന്നാലും ഭാര്യയെ കിട്ടിയാലും മക്കളെ കിട്ടിയാലും തോട്ടത്തെ കിട്ടിയാലും ആടുമാടുകളെ കിട്ടിയാലും നിന്നെ പറ്റി ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും മൊബൈലും അടിച്ച് ഭാര്യമാരോട് സല്ലപിച്ച് കുറച്ച് കാശും ബാങ്കിലിട്ട് നടക്കാൻ യാക്കോബ് നിന്നെ ദൈവം വിടത്തില്ല നിന്റെ കുടുംബത്തിനകത്ത് നിനക്ക് അഭയം തന്നവനെ നിനക്കെതിരെ എഴുന്നേൽപ്പിക്കുവാൻ കഴിയും ഇന്ന് രാത്രി വചനത്തിന്റെ ആഴമായ കാര്യം മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു ഇന്ന് രാത്രി ആത്മാവിൽ ദൈവമക്കളോട് ഒരു വചനത്തിന്റെ ധ്വനി പറയാം ചില കാര്യങ്ങൾ നിനക്കെതിരെ പ്രതികൂലത്തിന്റെ കാറ്റടിക്കുമ്പോൾ ദൈവമക്കളെ നീ വിചാരിക്കണം നീ തകരാൻ പോകുന്നതല്ല നിന്റെ പ്രതികൂലത്തിന്റെ നിന്റെ നടുവിലും ചില വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുവാന് സ്വർഗത്തിലെ ദൈവം നിന്നെ കഷ്ടതയിലേക്ക് നയിക്കുന്നത് അറിഞ്ഞ് ഇന്ന് രാത്രി കരമുയർത്തുവാൻ തയ്യാറായവർക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു ഒരു പക്ഷത്തെ സുഖത്തിന്റെ സൗകര്യത്തിന്റെ നടുവിൽ പോകുമ്പോൾ ഈശാന് മൂലനും കാറ്റുകളും അടിക്കുമ്പോൾ ചിലർ വിചാരിക്കും എന്റെ പടക് തകരുമെന്ന് ബ്രദർ സിസ്റ്റർ ഇന്ന് രാത്രി പടക് തകരുന്നതല്ല പ്രതികൂലത്തിന്റെ നടുവിൽ പ്രതികൂലത്തിന്റെ കാറ്റുകളുടെ നടുവ് നിന്നെ യാമോക്കിന്റെ കടവിലേക്ക് സ്വർഗം കൊണ്ടുവരുന്നതിന്റെ പിൻപ് ദൈവത്തിന് നിന്നെ പറ്റി ഒരു പദ്ധതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി കയറി വിശ്വാസത്താൽ നീ പറയണം എന്റെ കുടുംബത്തിന്റെ ജീവിതത്തിൽ എന്റെ സഭയുടെ ജീവിതത്തിൽ എന്റെ മിനിസ്റ്ററുടെ ജീവിതത്തിൽ എന്റെ സുവിശേഷത്തിന്റെ ജീവിതത്തിൽ പല കാറ്റുകൾ വാഞ്ഞടിക്കുമ്പോൾ ഞാൻ ഉറപ്പോടെ പറയും എന്നിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ ദൈവത്തിന്റെ ഒരു പ്രോമിസ് പഴയ കാലത്ത് പറഞ്ഞത് എന്നിൽ വെളിപ്പെടുവാൻ സമയമായി യാബോക്കിന്റെ കടവിൽ നിന്ന് മൽപ്പെടുത്ത നടക്കുമ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനാ മുറിക്കകത്ത് കണ്ണുനീർ ഇറങ്ങി വരുമ്പോൾ നീ പറഞ്ഞോണം എന്റെ വാഗ്ദത്വത്തിന്റെ ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട് എന്റെ കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട് കൊണ്ട് ഈ കണ്ണുനീരും പ്രതികൂലന്റെ ജീവിതത്തിൽ വരുന്നത് എനിക്കൊരു അനുഗ്രഹത്തിന്റെ പടവായി മാറുവാൻ എന്റെ ദൈവത്തിന് പദ്ധതി ഉണ്ട് എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു കുഞ്ഞെ നിന്റെ കണ്ണുനീര് വെറുതെ അല്ല നിന്റെ പ്രാർത്ഥന വെറുതെ അല്ല ആരൊക്കെ നിനക്കെതിരെ പദ്ധതി വെച്ചാൽ ലാഭാൻ നിനക്കെതിരെ പദ്ധതി മാറ്റിറങ്ങിയാൽ നിന്റെ സ്വന്തം സഹോദരൻ ഏഷാവ് നിനക്കെതിരെ വാളുമായി നിന്നാൽ ഇന്ന് രാത്രി ലൂസിന്റെ പട്ടണത്തിൽ നിനക്ക് വേണ്ടി ഒരു കോവണി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പി വൈ സിയിലെ ചെറുപ്പക്കാരെ അന്ത്യം വരെ നടത്തുവാൻ ഇന്ന് രാത്രി ഞാൻ ആരാ സാധിക്കുന്ന ദൈവത്തിന് കഴിയും ഇന്ന് രാത്രി ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്കകത്ത് സ്വർഗത്തിന്റെ കോവണി ഇറങ്ങി വരട്ടെ രഗത ബൗഡ ഇന്ന് രാത്രി ചില വാഗ്ദത്തങ്ങൾക്കെതിരെ നാളുകളായി നിന്നെ മുന്നോട്ട് കടത്തുകയില്ലെന്ന് പിശാജ് വാതുകെട്ടിയ മണ്ഡലത്തിനകത്ത് ഇന്ന് രാത്രി ദൈവത്തിന്റെ ദാസന്മാർ വിശ്വാസത്തോടെ പറയുക ശത്രു എനിക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധം ഫലിക്കയില്ല അല്ലെ ലൂയ ലൂസിന്റെ പട്ടണത്തിനകത്ത് തന്നെ വാഗ്ദത്തം ചെയ്ത് ലാഭാന്റെ ഭവനത്തിനകത്ത് കൊണ്ട് ട്വന്റി വൺ ഇയേഴ്സ് എന്നെ കാത്തൊരു ദൈവമുണ്ടെങ്കിൽ അല്പ ഞാൻ അവന്റെ സന്നിധി വിട്ടു മാറിയാൽ അവന്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്നാൽ എന്നെ മാറോട് ചേർക്കുക കരുത്തുറ്റ ദൈവം ഇന്ന് രാത്രി എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാത്രിയ ദാവ് ഇതിനോട് ചേർന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ അഭിഷിക്തന്മാർ പറയട്ടെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാല് ആരൊക്കെ എനിക്കെതിരെ പദ്ധതി വെച്ചാൽ എന്റെ പിൻപിൽ ഏല താഴ്വരയിൽ കൊണ്ടുപോകുക ഒരഭിഷേകം വേണമെങ്കിൽ കുഞ്ഞ് ഇന്ന് രാത്രി കാട്ടിനകത്ത് നീ കടന്നാൽ അവനെ ദൈവത്തെ ആരാധിക്കുവാൻ ശ്രമിച്ചാൽ അവന്റെ ബലമുള്ള കൈക്കീഴിൽ നീ താഴ്മയോടെ ഇരുന്ന് ഇന്ന് രാത്രി തക്ക സമയത്ത് നിന്റെ ചേട്ടന്മാരുടെ നടുവിൽ നിന്നെ നിന്ദിച്ചവരുടെ നടുവിൽ നിന്റെ ഹല്ലിൽ ശാപവാക്ക് പറഞ്ഞവരുടെ നടുവിൽ നിന്നെ ഉയർത്തുവാൻ കരുത്തുറ്റ ഒരു ദൈവത്തെ ഇന്ന് രാത്രി നീ ആരാധിക്കുന്നത് ചരിത്രം കേൾക്കണം വേദത്തിൽ ഞാൻ സഞ്ചരിക്കുക പ്രിയപ്പെട്ട ദൈവമക്കളെ യാബോക്കടവിൽ വെച്ചൊരു മൽപ്പിടുത്തം നടത്തിയപ്പോൾ അവിടെ വെച്ച് യാക്കോബിന് കിട്ടിയ പേര ഇസ്രയേൽ ഉൽപ്പത്തി മുപ്പത്തിരണ്ട് ഏഴ് ഇരുപത്തെട്ട് വാക്യങ്ങൾ ലൂസിൽ വെച്ച് സൂര്യൻ അവനെ അസ്തമിക്കുമ്പോൾ യാബോക്കിന്റെ കടവിൽ നിന്ന് പെനിയൽ കടന്നു പോകുമ്പോൾ നീതി സൂര്യൻ അവന് വേണ്ടി വെളിപ്പെട്ടു അനുദപിച്ച് ഉപേക്ഷിച്ച് പാരമ്പര്യത്തിന്റെ ചാക്കുകെട്ട് വലിച്ചെറിഞ്ഞ് പുതിയ പേര് സ്വീകരിച്ചവന് വേണ്ടി നീതി സൂര്യൻ വെളിപ്പെട്ടു അതൊരു നിഴൽ അവസാനിപ്പിക്കാം പ്രിയപ്പെട്ട ദൈവമക്കളെ അബ്രഹാമിന് ശേഷം വീണ്ടും തലമുറ ഇസഹാക്കായി യാക്കോബായി അതിനുശേഷം ഈ യാക്കോബിന് നാല് ഭാര്യമാർ ലഭിക്കുവാനിടയായി തീർന്നു അതിൽ ഒന്നാമത്തെ ലേയുടെ ഗോത്രം രൂപേൻ ഷിമയോൻ ലേവി യഹൂദ ഷെബിലോൺ ഇസാക്കാർ ഇതാണ് ആദ്യത്തെ കുടുംബത്തിൽ ലേയയുടെ കുടുംബത്തിൽ രണ്ടാമത്തെ ഭാര്യ റാഹേൽ യോസഫ് ബെന്യാമിൻ അടുത്തത് ബിൽഹ അവൾക്ക് ലഭിച്ചു നഫ്താലി അത് കഴിഞ്ഞ് ദാൻ സിൽപ അതിനകത്ത് ജനിച്ചതാ ഗാദും ആഷേറും ഈ പന്ത്രണ്ട് ഗോത്രമടങ്ങുന്നതാ ഇസ്രായേൽ കുടുംബം അങ്ങനെയെങ്കിൽ ഇനി കണക്കിലേക്ക് പോകാം ഇസ്രയേലിന്റെ ആദ്യത്തെ രാജാവായി നിങ്ങൾക്ക് ഏവർക്കും അറിയാം ഷൗൽ കഴുതി അന്വേഷിച്ചു പോയവൻ തീർന്നില്ല അവൻ രാജസ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ സ്വർഗത്തിലെ ദൈവം ദാവീദിന് രാജാവായി കൊണ്ടുവന്നു സ്വർഗത്തിലെ ദൈവം ദാവീദിനെ രാജാവായി കൊണ്ടുവന്നു ദാവീദ് പാപത്തിൽ പോകുന്നു ശലോമോനാൽ ആനയെ പടിയപ്പെടുന്നു മൂന്നാമത്തെ തലമുറ ശലോമോൻ കഴിഞ്ഞതിന് ശേഷം ഈ അബ്രഹാം കൂടാരമടിച്ച് തലമുറകൾക്ക് വേണ്ടി പകർന്ന് ഇസഹാക്കിലൂടെയും യാക്കോബിലൂടെയും യാക്കോബിന്റെ പന്ത്രണ്ട് ഗോത്രങ്ങളിലൂടെ തലമുറയായി കിട്ടിയ ഈ ഇസ്രയേൽ രണ്ടായി വിഭജിക്കുവാനിടയായി തീർന്നു ദ ഡിവിഡൻഡ് ഓഫ് ഇസ്രയേൽ ഇത് തുടങ്ങിയത് ബൈബിളിന്റെ കൃത്യം ചരിത്രം പഠിക്കണം ദാവീദ് ഷൗല് ദാവീദ് ശലോമോൻ പ്രിയപ്പെട്ട ദൈവമക്കളെ അതിനുശേഷം ഈ ഇസ്രയേൽ രണ്ടായി വിഭജിക്കുവാൻ തുടങ്ങി ഒന്ന് ഇസ്രയേൽ അതിന്റെ തലസ്ഥാന ശമരിയ തീർന്നില്ല രണ്ട് യഹൂദ അതിന്റെ തലസ്ഥാനമായി ജെറുസലേം ആ ജെറുസലേം ഭാരമുള്ള കല്ലിലേക്ക് വരുന്നു രണ്ടായി അഥവാ ദാവീദിന് ശേഷം ശലോമിന് ശേഷം ശലോമോന്റെ തലമുറ രാജാവായതിനു ശേഷം ഇത് രണ്ടായി ഇസ്രയേൽ ശമരിയും യഹൂദ ജെറുസലേം ആ ജെറുസലേം ഇന്നൊരു ഭാരമുള്ള കല്ലായി വെക്കുന്നു അങ്ങനെയെങ്കിൽ എപ്പോൾ ഭാരമുള്ള കല്ലാവും യഹൂദൻ മടങ്ങി വരുമ്പോൾ ഇനി കഥയിലേക്ക് കടക്കാം പഴയ നിയമം മലാക്കി കൊണ്ട് തീരുമ്പോൾ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിന്റെ വംശാവലി അബ്രഹാം മുതൽ ദാവീദ് വരെ പതിനാല് ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ പതിനാല് ബാബേൽ പ്രവാസം മുതൽ യേശു ക്രിസ്തു വരെ പതിനാല് നാൽപ്പത്തിരണ്ട് തലമുറകൾ യഹൂദനോടുള്ള ബന്ധത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ജനനത്തെ വിശേഷിപ്പിക്കുന്നു തൊടുന്നില്ല ചരിത്രത്തിലേക്ക് എ ഡി മുപ്പത് ഏപ്രിൽ മാസം അവസാന വെള്ളിയാഴ്ച നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കാൽവരയുടെ കൊലക്കളത്തിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ പരമയാഗമായി ഈ കാര്യം ശ്രദ്ധയോടെ ദൈവമക്കൾ മനസ്സിലാക്കണം അഞ്ച് കോടതികൾ ഏഴ് പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചു അവസാന വിധിക്ക് പീലാത്തോസിന്റെ അരമനയിൽ നിൽക്കുമ്പോൾ രണ്ട് കൂടുകൾ അവിടെ കാണാം നമ്പർ വൺ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു നമ്പർ ടു ബറബാസ് ആ ബറബാസ എതിർ ക്രിസ്തുവിന്റെ നിഴലായി അന്ന് മുതൽ കാണുന്നത് ബറബാസ് യഹോദൻ പറഞ്ഞൊരു കാര്യമുണ്ട് ബറബാസിനെ വിട്ടുതരിക യേശുവിനെ ക്രൂശിക്കാം ആ സമയത്ത് അവർ പറഞ്ഞൊരു വാർക്കൊണ്ട് അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ ഇതിന്റെ പേരാ ശാപം ശ്രദ്ധയോടെ ഇരിക്കണേ യഹൂദൻ പിടിച്ചു മേടിച്ചതാ അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ ആ കാലഘട്ടത്തിൽ ഏഴ് സാമ്രാജ്യത്വങ്ങൾ എരുസലേമനോടുള്ള വിഭജനത്തിൽ ഇസ്രയേലിനെ ഭരിച്ചുകൊണ്ടിരുന്നു ഒന്നാമത്തെ ഹസ്രയും രണ്ട് മിസ്രയും അത് പഴയ നിയമത്തോടുള്ള ബന്ധത്തിലാണ് ആ കാലഘട്ടം മുൻപോട്ട് വരുമ്പോൾ ബിഫോർ ക്രൈസ്റ്റ് നാല് സാമ്രാജ്യത്വങ്ങൾ യെറുഷലേമിന് വെട്ടിമുടിച്ചു അതാ ബാബിലോൺ മേദ്യപാർസ്യ ഗ്രീസ് റോമാ സാമ്രാജ്യം റോമാ സാമ്രാജ്യത്തിന്റെ കൈസറായിരുന്നു ആരായിരുന്നെന്നറിയാമോ പീലാത്തോസ് അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ ചരിത്രം ശാപം ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്ന കുഞ്ഞുങ്ങളോട് കാര്യം ഞാൻ ദൈവനാമത്തിൽ പറയാം സഭയ്ക്ക് വലിയ സ്വോത്രകാഴ്ച കൊടുത്തില്ലേലും ദൈവദാസന്മാർക്ക് വലിയ പൈസ കൊടുത്തില്ലേലും ഇന്ന് രാത്രി ദൈവീക ശാപം ദൈവത്തിന് ഹിതമല്ലാത്ത കാര്യം ചെയ്താൽ ദൈവിക ശാപത്തിന് അടിമയായി തീരും ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാ പ്രിയപ്പെട്ട ദൈവമക്കളെ ആവർത്തന പുസ്തകം ഇരുപത്തെട്ട് അറുപത്തിനാല് അറുപത്തെട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് വീട്ടിൽ ഇരുന്ന് വായിച്ചാൽ മതി ആവർത്തനം ഇരുപത്തെട്ട് അറുപത്തിനാല് അറുപത്തെട്ട് അടിയാനും അടിയാട്ടിയുമായി ഒരു കാലത്തും ഇസ്രൈമിന്റെ അടിമത്തത്തിൽ കിടന്ന മോശയാൽ അവർ നടത്തപ്പെട്ടു എവിടത്തേക്ക് വന്നു വാഗ്ദത്ത കനാനിലേക്ക് അന്ന് ചെങ്കടൽ കടന്നപ്പോൾ ഒരു സഹോദരി തപ്പെടുത്ത് പാടി ഇന്ന് കണ്ട മിശ്രേമിനെ ഇനി കാണുകയില്ല ആ കഷ്ടം ഇനി വരികയില്ല കുഞ്ഞുങ്ങളെ വചനം ആവർത്തനം ഇരുപത്തെട്ട് ഇസ്രായേലിന്റെ അനുഗ്രഹം പുറേ പക്ഷെ ഈ മോശയ്ക്ക് വേണ്ടി ദൈവ കൽപ്പന കൊടുക്കുമ്പോൾ രേഖപ്പെടുത്തിയ ദൈവജനം പ്ലാൻ വിട്ട് പദ്ധതി വിട്ട് ദൈവത്തിന്റെ ഉപദേശം വിട്ട് സ്വർഗത്തോട് മറുതലിക്കുമ്പോൾ വീണ്ടും അവരെ കപ്പൽ കയറ്റി അടിയാനും അടിയാട്ടിയുമായി ഞങ്ങൾ മിസ്രൈമിൽ എത്തിക്കും ക്ലിയർ ആവർത്തനം അതാ ഏടി മുപ്പതിൽ യേശു പറഞ്ഞത് ഈ അവന്റെ രക്ത ഈ യഹൂദൻ പറഞ്ഞ അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും ഭവിക്കട്ടെ ഏഴ് മുപ്പത് ക്രൂശീകരണം കഴിഞ്ഞു അന്ന് റോമിന്റെ കൈസറന്മാര് പെരിയ പെരിയ ഹേരോദാവും പീലാത്തോസും മാറി അറുപത്തെട്ടിൽ ഒരുത്തൻ യഹൂദനെ ശരിയാക്കാമെന്ന് അവന്റെ പേര് ടൈറ്റ സെക്കൻഡ് അന്ന് തൊട്ട് യഹൂദൻ കരയാൻ തുടങ്ങി അന്നവർ പെല്ലായിലെ കോടി ലോക ചരിത്രത്തിൽ എ ഡി എഴുപതിൽ യഹൂദന്റെ ഒന്നാമത്തെ ചിതറക്കം ആരംഭിച്ചു അഥവാ ലോക രാജ്യങ്ങളിലേക്ക് ദേവാലയത്തെ തകർത്തുകൊണ്ട് യഹൂദനെ ചിതറാൻ തുടങ്ങി എ ഡി നൂറ്റി മുപ്പത്തി അഞ്ചായപ്പോൾ പന്ത്രണ്ട് ഗോത്രപിതാക്കന്മാരുടെ മക്കൾ കുടുംബത്തിന്റെ കോടിയും പാരമ്പര്യത്തിന്റെ തലമുറയെ യഹൂദനാന്ന് കൈ ഉയർത്തിക്കൊണ്ടിരുന്നവന് കാൽവറിയോട് മരുത മറുതലിക്കാൻ ശ്രമിച്ചപ്പോൾ യേശുവിന്റെ രക്തത്തിന്റെ മറുവിലെ ശാപം വിലക്കി വാങ്ങിയപ്പോൾ സ്വർഗത്തിലെ ദൈവം അഞ്ച് വൻകരകളിലേക്ക് അവനെ ചിതറി നൈജീരിയ മുതൽ കൊച്ചി മട്ടാഞ്ചേരി വരെ യഹൂദൻ അങ്കമാലിയും കൊരട്ടിയും ചാലക്കുടിയും അകത്ത് മാള മായിലാക വാണ്ടറി ജോയിസ് അങ്ങനെ വരെ അഞ്ച് വൻകരകളിലേക്ക് യഹൂദൻ ചിതറുവാനിടയായി ചരിത്രം ഞാൻ ഇവിടെ തൊടുന്നില്ല പാലും തേനും എടുക്കുന്ന കനാൻ ദേശത്തിൽ വസിച്ചവർ എവിടെയൊക്കെ എത്തി അടിമ കെട്ടുകളിലെത്തി കഴിക്കുന്നത് എന്തുവാ പല്ലിയുടെ പല്ലിയുടെ വാല് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പച്ചക്കറികൾ അത് കഴിഞ്ഞിട്ട് ചെരുപ്പിന്റെ വാർ യഹൂദൻ കഴിച്ചുകൊണ്ടിരുന്നതാ അബ്രഹാമിന്റെ സന്തതി തരം പരമ്പര നിന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കുന്ന പ്രോമിസ് കിട്ടിയത് ഇവ പൈതൽ വാഗ്ദത്വം വിട്ടുപോയപ്പോൾ ദൈവിക ന്യായവിധിക്ക് തീർന്നില്ല സകല ബ്രിട്ടന്റെ മാർക്കറ്റുകളിൽ യഹൂദന്റെ കാലിലെ തുടയിലെ മാംസം പച്ചയ്ക്ക് വെച്ച് ആൾക്കാർക്ക് കൊടുത്തതാ ലേവ്യ പുസ്തകം ഇരുപത്തി ആറ് ഇരുപത്തി ഒൻപത് വായിക്കുമ്പോൾ ദൈവജനം കരഞ്ഞു പോകും ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ഈ വാറുകൾ നടക്കുന്ന കാലത്ത് രണ്ട് പട്ടാളക്കാർ എരിശലയും തെരുവീതിയിലൂടെ നടക്കുമ്പോൾ ഒരമ്മ കുട്ടകത്തിനകത്ത് സ്വന്തം മകനെ കൊന്നിട്ട് ആ മാംസം എടുത്ത് കരിച്ച് തിന്നുകൊണ്ടിരിക്കുന്ന അമ്മയുടെ ഇന്ന് ചട്ടി മേടിക്കാൻ പോയ പട്ടാളക്കാരോട് പറഞ്ഞുകൊണ്ട് ഞാൻ ഒമ്പത് മാസം ഒൻപത് ദിവസവും ഒൻപത് വിനാഴികയെ നൊന്ത് പ്രസവിച്ച എന്റെ കുഞ്ഞിന്റെ മാംസമാ കഴിക്കുന്ന പട്ടാളക്കാർ വരെ കരിഞ്ഞുപോയി അങ്ങനെ ഒരു തലമുറയായി യഹൂദൻ മാറി പ്രിയപ്പെട്ട ദൈവമക്കളെ ലോക രാജ്യങ്ങളിൽ അവർ ചിതറി പിന്നെ അന്നത്തെ യൂറോപ്പ് അവനോട് ചെയ്ത ഒരു കാര്യം അറിയാമോ ഈ യൂറോപ്പിനകത്തെ ടൈഫോയിഡ് പോൾ കുഷ്ഠം ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഒരു യഹൂദനെ അടിച്ചു വന്നാൽ രക്ഷപ്പെടുമെന്ന് അതിനുശേഷം വീണ്ടും ഒരു സംഭവം അവിഹിത ഗർഭം ഒരു കുടുംബത്തിനകത്ത് നടന്നാൽ യഹൂദനെ കൊന്നാൽ കാര്യം നടക്കുമെന്ന് ഇത്രയും മുറിവേൽക്കപ്പെട്ട ഒരു ജനം ലോക രാജ്യത്തിൽ ഉണ്ടായിട്ടില്ല ആവർത്തന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് നിന്റെ പിതാക്കന്മാർ സേവിച്ചിട്ടില്ലാത്ത കല്ലും മരവും മണ്ണും കൊണ്ടുള്ള വിഗ്രഹത്തെ നിങ്ങൾ ആരാധിക്കുമെന്ന് പുറപ്പാട് നാല് തോറയുടെ ചുരുളുകളിനകത്ത് മോശയോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട് മേലാകാശത്തിലും കീഴഭൂമിയിലും ഭൂമിക്കടിയ വെള്ളത്തിലെങ്കിലും യാതൊന്നിന്റെ വിഗ്രഹത്തെ വണങ്ങരുത് നമസ്കരിക്കരുതെന്ന് തോറയുടെ പഞ്ചപ്രമാണം കയ്യിൽ കിട്ടിയ യഹൂദൻ യേശുവിന്റെ രക്തത്തിന് വേണ്ടി വാദിച്ചപ്പോൾ ലോകത്തിന്റെ അഞ്ചു വൻകരകളിൽ അവർ ചിതറി കുപ്പിപാത്രം ചിതറുന്നവർ പൊട്ടിച്ചിതറി ചരിത്രം കേൾക്കുന്നവർ റഷ്യയിലെ സാർ ചക്രവർത്തിമാർ ഇറാനിലെ ഖാമാൻ ഇറാഖിലെ നെബുക്കദ്നേസർ അതുപോലെ തന്നെ ലോക ജർമ്മനിയിലെ ഹിറ്റ്ലർ അടവുൾ പുകിൽപ്പുള്ള മുഴുവൻ ഇവരെ ക്രൂരമായി പീഡിപ്പിച്ചു കളഞ്ഞു അത്രയും മുറിവേൽക്കപ്പെട്ട ഒരു ജനതയാ പിതാക്കന്മാർ കാൽച്ചവട്ടിയ ദേശം വിട്ടിട്ട് അവർ മടങ്ങിപ്പോയി അങ്ങനെയെങ്കിൽ ഇവരോട് മടങ്ങി വരണമല്ലോ സ്വോത്രം എഗസ്കേൽ പതിനൊന്ന് പതിനേഴ് ഞാൻ വായിക്കുന്നില്ല ദൈവവും ഞങ്ങൾ നോട്ട് ചെയ്യണം പഠിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ എഗസ്കേൽ പതിനൊന്ന് പതിനേഴ് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ആ കാണിക്കുന്നുണ്ടല്ലോ അവിടെ നീ നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്തവരായി മരവും കല്ലും കൊണ്ടുള്ള അന്യ ദൈവങ്ങളെ സേവിക്കും മനെ എഗസ്കേൽ പതിനൊന്ന് പതിനേഴ് ഇവിടെ ഒന്ന് കാണിച്ചേരെ കണ്ടോ നിന്റെ യഹോവയായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു എന്താ നിങ്ങൾ ചിതറിപ്പോയ രാജ്യങ്ങളിൽ നിന്ന് നിങ്ങൾ ചിതറിപ്പോയ പട്ടണങ്ങളിൽ നിന്ന് നിങ്ങളെ ഞാൻ മടക്കി വരുത്തി ഇസ്രയേൽ നിങ്ങൾക്ക് തരും ഇത് വായിച്ചു കൊണ്ടിരുന്നതാ അനുഗ്രഹിക്കപ്പെട്ട പ്രവചനത്തിന്റെ നിവർത്തിയായി കണ്ടോ എങ്ങനെ യഹൂദൻ മടങ്ങി വന്നു പലർക്കും അറിയത്തില്ല ഈ കോൺഫ്ലിക്റ്റ് വന്നപ്പോ ഈ രാജ്യത്തെ പറ്റി എന്തെല്ലാം വാർത്തകളാ മീഡിയയിൽ വന്ന ഞാൻ ഞാനൊന്നും പ്രതികരിക്കാനേ പോയില്ല ചരിത്രം മുഴുവൻ കയ്യിലുണ്ട് എങ്കിലും പ്രതികരിക്കാൻ പോയില്ല അങ്ങനെ ഇരുന്നപ്പോൾ ലോകത്തിന്റെ അഞ്ചു വൻകരകളിൽ മട്ടാഞ്ചേരി മുതൽ നൈജീരിയ വരെ ഇവിടെ ചിതറി തങ്ങളിൽ ഒരു കോണ്ടാക്റ്റും ഇല്ല ഇന്ന് രാത്രി വചനം കേൾക്കണം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് നിർണായകമായ ഒരു സംഭവം ഉണ്ടായി എയ്റ്റീൻ സിക്സ്റ്റി സെവൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് അന്ന് ഫ്രാൻസിൽ പട്ടാളത്തിന്റെ കേടലമാരെ ഒരു പരേഡ് നടക്കുക ആ പരേഡ് നടക്കുന്ന സമയത്ത് അത് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന ടെലിവിഷൻ ക്യാമറ റിപ്പോർട്ട് ചെയ്യുന്ന പോലെ ഒരു ചെറുപ്പക്കാരൻ പോയി അവൻ ഒരു യഹൂദൻ അവന്റെ പേര് തിയോഡർ ഹെർസൺ ആ തിയോഡർ ഹെർസൺ അത് റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ ഒരു ലോഡ്ജിൽ അവൻ താമസിക്കുന്നത് പിന്നെ ആ പരേഡ് റിപ്പോർട്ട് ചെയ്യുന്ന രാവിലെ ഈ പട്ടാളക്കാർ മാർച്ച് പാസ്റ്റ് നടത്തുക ഈ മാർച്ച് പാസ്റ്റ് നടത്തുമ്പോൾ അതിന്റെ ബാക്കിൽ ഒരു യഹൂദൻ ഒരു കമാൻഡർ അയാളെ നാട്ടുകാർ അടിച്ചു കൊല്ലുന്നു തിയോഡർ ഹെൻസൺ ഈ ലോഡ്ജിൽ നിന്ന് താഴെ ഇറങ്ങി ഓടിച്ചെന്ന് എന്തിനാ നിങ്ങൾ കൊല്ലുന്ന ഈ പട്ടാളക്കാരുടെ കമാൻഡർ അപ്പൊ അവൻ പറഞ്ഞു ഇദ്ദേഹം ഒരു യഹൂദന യവനെ കൊന്നാൽ ഞങ്ങൾക്ക് സ്വർഗരാജ്യം കിട്ടും ഈ തിയോഡർ ഹെർസൺ ഒരു യഹൂദന അവൻ ലോഡ്ജിൽ വന്നു അന്ന് സംഭവിച്ചത് അവന്റെ പേപ്പറുകൾ മുഴുവൻ വലിച്ചു കീറി അവൻ പറഞ്ഞു ഇനി I am not signing a journalist ഇനി ഒരു ജേർണലിസ്റ്റ് അല്ല എന്റെ രാജ്യം മടങ്ങി വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുക ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ ഏകനായി പ്രാർത്ഥന തുടങ്ങിയ ഈ തിയോഡർ ഹൻസൺ ആയിരത്തി എണ്ണൂറ്റി ഏഴിൽ ഒരു ഗ്രൂപ്പായി എവിടെയാ സ്വിറ്റ്സർലൻഡിലെ ബാസലിൽ ആഗസ്റ്റ് മാസത്തിൽ അവിടെ ഒരു സംഘടന തുടങ്ങി അതിന്റെ പേരാ സിയോണിസ്റ്റ് മൂവ്മെന്റ് ഇസ്രയേലിന്റെ മടങ്ങി വരാ അത്തിയുടെ തളർപ്പ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ അവർ ഒരു ബുക്ക് അടിച്ചു അഥവാ സിയോണിസ്റ്റ് മൂവ്മെന്റ് ലോക രാജ്യങ്ങളിൽ ആ ബുക്കിലിട്ട് പടർന്നു എവിടൊക്കെ എത്തിയെന്നറിയാമോ അമേരിക്ക മുതൽ ഇന്ത്യ വരെ സകല രാജ്യങ്ങളിലും ഇതെത്തി ദൈവജന ഒരു കാര്യം മനസ്സിലാക്കണം ഇതിന്റെ പിൻപിൽ ദൈവത്തിന്റെ ഒരു കരമുണ്ട് അന്ന് ഈ കപ്പൽ സഞ്ചാരം കുറവ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിച്ചത് പ്രിയപ്പെട്ട ദൈവമക്കള് ആ വിമാനം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് പതിനാറ് പേജുള്ള ബുക്കിലെറ്റ് എയ്റ്റീൻ നയൻറ്റി സെവനിൽ ബാസൽ സ്വിറ്റ്സർലൻഡിലെ Basel Zionist movement Theodor Herzl രക്ഷാധികാരിയും അതിന്റെ പ്രസിഡന്റായി ചിയാം വൈസ്മാൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനെ വെച്ചുകൊണ്ട് യഹൂദൻ മടങ്ങി വരാനുള്ള പതിനാറ് പേജുള്ള ഒരു ബുക്കിലെറ്റ് പ്രാർത്ഥനയായി ചുള്ളുകളായി ലോക രാജ്യങ്ങളിലെത്തി ഞാൻ പലപ്പോഴും വായിക്കുമ്പോൾ ചിന്തിക്കാറുണ്ട് ഒരു പ്ലെയിൻ ഇല്ലാത്ത കാലം വല്ലപ്പോഴും യാനങ്ങൾ ഉരുക്കൽ മാത്രമുള്ള കാലം പക്ഷെ പതിനാറ് രാജ്യങ്ങളിൽ ഈ ബുക്കിലെറ്റ് എത്തിയതിന് പിൻപിൽ ഒരു ചരിത്രമുണ്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ കരുത്തുറ്റ ഒരു ദൈവത്തെയാ നിന്ന് രാത്രി ആരാധിക്കുന്ന കുഞ്ഞ് നിന്റെ പ്രാർത്ഥന പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ പ്ലെയിൻ വേണ്ട ടെലിഗ്രാം വേണ്ട കൊറിയർ വേണ്ട ഒന്നും വേണ്ട ദൈവം വിശ്വസ്തനെങ്കിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും കുഞ്ഞെ ആരാ നമ്മുടെ ദൈവം ജേലിയാവിന് വേണ്ടി കാക്കയക്കുവാൻ കരുത്തുറ്റ ദൈവം ആകാറിന്റെ പൈതലിന് വേണ്ടി മരുഭവ പ്രയാണത്തിനകത്ത് വഴി തുറക്കുക അല്ലെലുയ കരുത്തുറ്റ ദൈവം മോബാബ്യ കുടുംബത്തിനകത്ത് ആയിരം ആണ്ട് ശവിക്കപ്പെട്ട് ശവപ്പെട്ട് മൂന്നെണ്ണം കാടുമ്പോൾ അതിന്റെ നടുവിൽ ന്യായപ്രമാണത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു റൂത്തിന് വേണ്ടി ബോബസിന്റെ വയലൊരുക്കി കൊടുത്ത ഏറ്റെടുക്കുവാൻ കരുത്തുറ്റൊരു ദൈവത്തെ ഇന്ന് രാത്രി നീ ആരാധിക്കുന്നത് ഒരുപക്ഷെ ഇന്ന് രാത്രി അല്ലെഴുതിയ ഞങ്ങളുടെ കൂടെ സൂം പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ദൈവവൈകള് സാധ്യതകൾ നിന്റെ മുൻപിൽ അടഞ്ഞിരിക്കുമ്പോൾ അസാധ്യമായ കാര്യങ്ങൾ നിന്റെ കണ്ണിന് മുൻപിൽ നടത്തി തരുവാൻ ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും മുപ്പത് വർഷമായി ഒരു യഹൂദ ചെറുപ്പക്കാരൻ മുട്ടുമടക്കി തമ്പേറും പാട്ടും കൊട്ടുമില്ലാതെ നിറകൂടെ കണ്ണുകളോട് അവന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ തന്റെ ജനത്തെ മടക്കി കൊണ്ടുവരുക സ്വർഗത്തിലെ ദൈവം ഒരു പത്ത് ദിവസമെങ്കിൽ ഇന്ന് രാത്രി പി വൈ സിയുടെ ചെറുപ്പക്കാരെ നിങ്ങളുടെ പ്രാർത്ഥന മുറിക്കകത്ത് കണ്ണുനീരിറങ്ങിയ രാജ്യങ്ങളെ നേടുക തകർന്നു പോയതിനെ പണിയുക ഇടിഞ്ഞു കിടക്കുന്നതിനെ ഹല്ലേ ഹല്ലൂയ ഇടിഞ്ഞു കിടക്കുന്നതിന് നിന്റെ കസ്റ്റഡിയിൽ കൊണ്ടുവന്ന് അനേക കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുക ഇന്ന് രാത്രി ഏക മനുഷ്യനായ തീയോടർ ഹർഷന്റെ കണ്ണുനീരിനകത്ത് ദൈവത്തിന്റെ കരം പ്രവർത്തിച്ചെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പി വൈ സിയുടെ ചെറുപ്പക്കാരെ ഇന്ന് രാത്രി നിന്റെ കണ്ണിന് മുൻപിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി നീ പറയണം വിശ്വാസത്താൽ ഞാൻ എഴുന്നേറ്റാൽ ഏലിയാവെ ചൂരച്ചെടിയുടെ കീഴ് ഈ സമയലിന്റെ പോസ്റ്റ് കണ്ടിട്ട് നീ കിടക്കാനുള്ളവനല്ല നിന്റെ പിന്നിൽ ഒരു വാഗ്ദത്വമുണ്ടെങ്കിൽ ആരൊക്കെ നിനക്കെതിരെ പദ്ധതി വെച്ചാൽ ആരൊക്കെ നിനക്കെതിരെ പോരാട്ടം വെച്ചാൽ നിന്റെ വേലയെ തകർക്കുമെന്ന് ശിശൂഷ മണ്ഡലത്തെ തകർക്കുമെന്ന് നീ പാർക്കുന്ന സ്ഥലത്ത് നിന്ന് നിന്റെ കുടുംബമായി വണ്ടി കയറ്റുമെന്നും പറഞ്ഞാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം എന്റെ പിന്നിൽ ഒരു ദർശനത്തിന്റെ ഉണ്ട് എന്നെ വിളിച്ച വിളിച്ചവൻ ഇന്ന് രാത്രി ഉണ്മയുള്ളവർ അസാധ്യങ്ങളെ സാധ്യമാക്കി തന്റെ വാദ്യത്വത്തിന് മറുപടി തരുവാ കരുത്തുറ്റൊരു ദൈവത്തെ ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്നത് ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്യുന്ന കർത്താവ് തിയോഡർ ഹൻസൺ എന്ന് പറയുന്നവർ മുപ്പത് വർഷം ദൈവസന്ധിയിൽ കരയാൻ തുടങ്ങിയപ്പോൾ ഇസ്രയേലിന് വേണ്ടി ഒരു വഴി സ്വർഗത്തിലെ ദൈവം തുറന്നുവെങ്കിൽ നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ കാലം കഴിഞ്ഞു പോയാൽ ദിവസം കഴിഞ്ഞു പോയാൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വസ ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവം മക്കൾക്കാൽ ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു കേട്ടോണേ മക്കളെ അവിടെ വെച്ച കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെടുന്നത് ഈ ബുക്കിലെറ്റ് ദൈവജനം പ്രാർത്ഥിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഒരു സംഭവം ഉണ്ടായി ഓസ്ട്രേലിയ രാജകുമാരൻ സെർബിയയിലേക്ക് പോയി വേഗത്തിൽ ഞാൻ ജെറുസലേമിലേക്ക് മടങ്ങി വരുന്നത് സെർബിയയിലേക്ക് പോയി സെർബിയയിലേക്ക് പോകുന്ന വഴി അവന്റെ കാറിലേക്ക് ഒരു കല്ല് വീഴുകയും ആശുപത്രിയിൽ അംഗരക്ഷകനെ കൊണ്ടുപോകുമ്പോൾ അവനെ കുത്തേറ്റ് മരിക്കുവാനിടയായി തീർന്നു ഓസ്ട്രിയ ബ്രിട്ടന്റെ സെർബിയ ജർമ്മനിയുടെയും ആ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ പതിനേഴ് വരെ ആ ഒന്നാം ലോക മഹായുദ്ധത്തിനകത്ത് ചിലിയിൽ നിന്ന് കൊണ്ടുവരുന്ന സ്ഫോടക വസ്തുക്കൾ ഇല്ലാതെ ഇരിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കള് ട്രൈനൈറ്റോട്രോളിവൽ സിന്തറ്റിക് സ്റ്റാർച്ചിൽ നിന്ന് യഹൂദ ശാസ്ത്രജ്ഞനായ ഡോക്ടർ ചിയാം വൈസ്മാൻ സിയോൺ സംഘത്തിന്റെ വൈസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്നവർ ബ്രിട്ടനെ യുദ്ധത്തിൽ ജയിപ്പിക്കുവാനിടയായി മക്കളെ അവനെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു അന്ന് ബ്രിട്ടന്റെ ചക്രവർത്തിയ നമ്മുടെ ഡേവിഡ് ലോയൻ ജോർജ് അപ്പോൾ തന്നെ സെക്രട്ടറി വിദേശകാര്യ ആർദർ ബാൽഫോർഡ് ലോകചരിത്രം അതിനുശേഷം ക്യാപ്റ്റൻ ഡേവിഡ് അലൻബി അവർ ആ യഹൂദനോട് യുദ്ധം വിജയിപ്പിച്ച ചോദിച്ചു അന്ന് അവൻ പറഞ്ഞൊരു കാര്യമുണ്ട് ബൈബിൾ ജിയോബ് മുപ്പത്തെട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഒന്നാം ലോകമഹായുദ്ധം നിങ്ങൾക്ക് ഏവർക്കും അറിയാം നീ ഹിമത്തിന്റെ ഭണ്ഡാരം കണ്ടിട്ടുണ്ടോ നീ കൽമഴയുടെ ഭണ്ഡാരം കണ്ടിട്ടുണ്ടോ പോരും പടയുമുള്ള നാളിലേക്ക് ഞാൻ അതിനെ വെച്ചിരിക്കുന്നു വചനമുള്ളവരൊക്കെ ഇന്ന് എടുത്തോണം ഈ ഒരൊറ്റ വാക്യമായി യകൂദ യുദ്ധത്തിൽ അഥവാ വെള്ളത്തിനകത്ത് കൂടി മറ്റൊരവസരത്തിൽ പി വൈസയുടെ ഇലാബറേറ്റ് ആയിട്ട് ഒരു യോഗം കർത്താവ് വെക്കാൻ അനുവദിക്കും ദൈവ അവസരം തരും മക്കളെ അന്ന് ഇതെല്ലാം ക്ലിയർ ആയിട്ട് സയന്റിഫിക് പറഞ്ഞുതരാം വെള്ളത്തിൽ കൂടി ഐസ് ക്യൂബ് ഒഴുക്കി ബ്രിട്ടനെ വിജയം പാറിച്ച യകൂദനോട് ഞങ്ങളോട് ചോദിച്ചൊരു കാര്യമുണ്ട് ഇന്ന് കൺവെൻഷൻ വിജയിച്ചാൽ ഞങ്ങളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആരും വിഷമിക്കരുത് ഞാൻ എന്നെ തന്നെ പറയാ വിസ വേണം കാശ് വേണം അമേരിക്ക വേണം പക്ഷെ യഹൂദൻ പറഞ്ഞൊരു കാര്യമുണ്ട് ആരാ ചിയാൻ വൈസ്മാൻ പറഞ്ഞു ഞങ്ങളുടെ പാസ്പോർട്ട് ഇല്ല റേഷൻ കാർഡ് ഇല്ല അല്ലയോ ജനറലെ ലോൻ ജോർജ് ഞങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് കിടക്കിയ ഒരു വഴിത്താറ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം അന്ന് ഈ ബ്രിട്ടന്റെ അധീനതയിലല്ല ഈ ഫലസ്തീൻ കോളനി അത് ആരെ കിടക്കുമെന്നറിയാമോ പിന്നെ തുർക്കിയുടെ ഒട്ടോമൻ എംപയർ അന്ന് ഒട്ടോമന്റെ സഹായത്തോടു കൂടി ആദ്യം യഹൂദൻ ഒരു മടങ്ങി വരവ് കൊടുത്തു പലസ്തീന്റെ പ്രവിശ്യ മാറി യഹൂദ ദേശത്തേക്ക് അവർ മടങ്ങി വരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ പതിനൊന്ന് രാത്രി പതിനൊന്ന് സെക്കൻഡിന് ആർദർ ബാൽബോർഡ് ഒരു ഡിക്ലറേഷൻ നടത്തി ആ ഡിക്ലറേഷൻ ആ ബാൽബോർഡ് ഡിക്ലറേഷൻ ആ ഡിക്ലറേഷനിൽ യഹൂദൻ അത്തിച്ചടി കുഴിച്ചു വെച്ചു ഇന്ന് രാത്രി ഒരു ദൂത ഏറ്റെടുത്തോണം ഇയോബ് പതിനാല് ഏഴ് എട്ട് ഒമ്പത് പത്ത് ദൈവജനം ദൈവദാസിമാർ പറ്റിയതുപോലെ ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട് ആരൊക്കെ നിന്നെ വെട്ടിക്കളഞ്ഞാലും നിന്റെ വേർ നിലത്ത് കെട്ടുപോയാലും കുറ്റി പഴകിപ്പോയാലും കണ്ണുനീരിന്റെ ഗന്ധമുണ്ടെങ്കിൽ പൊട്ടിയ സ്ഥാനത്ത് നിന്നെ കിളിർപ്പിക്കുവാൻ രാത്രി എത്ര പേർക്ക് അതൂത് പറ്റും യഹൂദൻ മുട്ടുമടക്കി നിലവിളിച്ചപ്പോൾ ഇസ്രയേൽ ലോകരാജ്യത്ത് നിന്ന് പട്ടുപോയപ്പോൾ അഞ്ചു വൻകരകളിൽ മാറി മാറി ചിതറിയപ്പോൾ ഇന്ന് രാത്രി ദൈവജന വാക്ക് വാക്ക് സ്ക്രീനിൽ കണ്ടോ ഒരു വൃക്ഷമായാൽ അതിനൊരു പ്രത്യാശയുണ്ട് പി വൈ സിയുടെ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന അപ്പച്ച അമ്മച്ചി സഹോദര സഹോദരി ഇന്ന് രാത്രി വചനം നീ കേട്ടോണം നിന്നെ ആരൊക്കെ നിന്നെ ആരൊക്കെ വെട്ടിക്കളഞ്ഞാലും നിന്നെ ആരൊക്കെ ഇല്ലായ്മ ചെയ്യുവാൻ പദ്ധതി വെച്ചാൽ ദൈവത്തിന് നിന്നെ പറ്റി ഒരു പദ്ധതി ഉണ്ടെങ്കിൽ പ്രിയ ദൈവ കുഞ്ഞുങ്ങളെ നട്ടവനും നടുന്നവനും ഏതുമല്ല വളരുമാറാക്കുന്ന ദൈവം നിന്റെ കൊമ്പുകളെ വിടുവിക്കും ഇലകളെ വിടുവിക്കും വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു നമ്പർ വൺ അത്തിച്ചെടി നമ്പർ ടു രണ്ടാം ലോക മഹായുദ്ധം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി അഞ്ചു വരെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ നയൻറ്റീൻ ഫോർട്ടി ഫൈവിൽ രണ്ടാമത്തെ യുദ്ധത്തിൽ അമേരിക്കയുടെ പിന്നെ ആ നാറ്റം ബോംബ് ഉണ്ടാക്കി ആരെ ആരെക്കൊണ്ട് ടിക്കോ ഫെർമി ആ ടിക്കോ ഫെർമി ഒരു യഹൂദനായിരുന്നു യഹൂദ ശാസ്ത്രജ്ഞനായ ടിക്കോ ഫെർമി ആറ്റം ബോംബ് ഉണ്ടാക്കി ആ വിജയത്തിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും രണ്ട് ആറ്റമിക് ബോംബുകൾ വിതറി അമേരിക്ക വിജയം വിജയമുറപ്പിച്ചു അന്ന് രണ്ടാമത്തെ പ്രഖ്യാപനം ഉണ്ടായി നാപ്പത്തഞ്ചിൽ യുദ്ധം അഞ്ചര കോടി പേർ മരിച്ചു ആ കാലഘട്ടത്തിൽ യഹൂദ ജനം ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് ദേശം ക്ലിയർ ആയി തരണം പതിനേഴ് രാജ്യങ്ങളെ തൊട്ട് കാണിച്ചു അവര് പറഞ്ഞു വേണ്ട പിതാക്കന്മാർ കാൽ ചവിട്ടിയ മണ്ണിലേക്ക് ഞങ്ങൾ മടങ്ങി വരണം ആയിരത്തി തൊള്ളായിരത്തി എട്ട് എല്ലാ രാജ്യങ്ങളുടെയും കയ്യൊപ്പോട് കൂടി മെയ് പതിനാലാം തീയതി ഡേവിഡ് ബെൻഗോറിയോൻ ഗോലാൻ കൊന്നുകളിൽ യേശുക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ കാലുള്ള വെള്ളപ്പതാക ഉയർത്തിക്കൊണ്ട് പറഞ്ഞു ഞങ്ങൾ മടങ്ങി വന്നു അത്തി തളിർത്തു ഇതാ ഇസ്രയേലിന്റെ മടങ്ങി വരവിന്റെ ചരിത്രം ഇന്ന് രാത്രി നല്ല വിദ്യാഭ്യാസമുള്ള ദൈവദാസന്മാർ ഡോക്ടേഴ്സ് നല്ല എഞ്ചിനീയേഴ്സ് ഇതിൽ പങ്കെടുക്കുന്നുണ്ട് മക്കളെ എഴുതിക്കോ ഇരുപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത് കിലോമീറ്റർ കൊടുത്തു ഇസ്രയേലിന് തൊട്ടടുത്ത് ആറായിരത്തി എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ കൊടുത്തു ആർക്ക് ജോർദാനിന് അറുന്നൂറ്റി എഴുപത് കിഴക്കൻ ജെറുസലേം ജോർദാനിന്റെ കസ്റ്റഡിയോടുകൂടി പലസ്തീൻ പ്രവിശ്യക്കാരുടെ കയ്യൊപ്പിൽ വെച്ചിരിക്കുക ഈ ജെറുസലേം ആർക്കും കൊടുത്തിട്ടില്ല അന്ന് ഇസ്രയേലിനോടപ്പുറത്ത് അഷ്കലോൺ അതിന്റെ തൊട്ടടുത്തായി ഗാസ മുനമ്പ് എന്ന് പറയുന്ന ക്ലിയർ ആയി മെഡിറ്ററേനിയന്റെ ഒരു കടലിൽ കൊണ്ട് ഫലസ്തീന്റെ കേന്ദ്രമായി അവിടെ ഇന്ന് പതിനഞ്ച് ലക്ഷം അഥവാ മുസ്ലിം സഹോദരങ്ങൾ അതിനപ്പുറത്ത് മറ്റൊരു പ്രോവിൻസ് പലസ്തീൻ പ്രൊവിൻസ് മൂന്ന് സിറ്റികൾ അതിന് വേറെ ഉണ്ട് അതിനൊന്ന് പലസ്തീൻ രണ്ട് റമല്ല മൂന്നാമത്തത് വെസ്റ്റ് ബാങ്ക് ഇതാ പലസ്തീന്റെ ചരിത്രം ഇത് യു എൻ അളന്ന് തിരിച്ച് ഇസ്രായേലിന് കൊടുത്തതാ ഇരുന്നൂറ്റി ഇരുപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത് ആറായിരത്തി എഴുന്നൂറ്റി അമ്പത് ജോർദാൻ അന്ന് പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ ഈ അറുന്നൂറ്റമ്പത് കിഴക്കൻ ജെറുസലേമെന്ന് അന്ന് യഹൂദൻ വിശ്വസിക്കും അതിനെ ഒഴിച്ചിട്ടു ആ ജെറുസലേമിലേക്കാണ് ഞാൻ മടങ്ങി വരുന്നത് ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കളെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ഈ അന്ന് ജനസംഖ്യയില്ല യൂറോപ്പിൽ നിന്ന് തെക്ക് നിന്നും വടക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും നിന്റെ ജനത്തെ ഞാൻ കൂട്ടും ദിവസങ്ങൾ പ്രസംഗിക്കേണ്ടതാണ് ആ ജനത്തെ കൂട്ടുമ്പോൾ ഏഴ് ലക്ഷം ജനസംഖ്യ തികച്ചെങ്കിൽ ഇസ്രയേലിന് യുണൈറ്റഡ് നേഷൻസിൽ റഫറൻഡം കൊടുക്കാൻ പറ്റൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അവർ ഏഴ് ലക്ഷം ജനങ്ങളെ കാണിക്കണം അന്നൊരു കുഴപ്പം യഹൂദൻ മടങ്ങി വന്നവർ കാണിച്ചു അർമീനിയയിൽ നിന്ന് ഇത് കേട്ടോണം ആരും എന്നെ വിമർശിക്കരുത് അർമീനിയയിൽ നിന്ന് കുറെ പേരെ അഭയാർത്ഥികളായി ഇസ്രയേലിൽ കൊണ്ടുവന്ന് സംഖ്യ തികച്ചു ആ എന്ന് വന്നവർ ഇന്നും ഇസ്രയേലിലുണ്ട് പാസ്പോർട്ട് യഹൂദന്റെ അവർ പക്ക യഹൂദന്മാരല്ല മാറ്റാൻ പറ്റത്തില്ല അവരാണ് ഇന്ന് ഇസ്രയേലിൽ നിശാ ക്ലബ് കല്ലുകൂടി മറ്റു കാര്യമെല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് പലരും പറയാറുണ്ട് അകത്ത് മ്ലേച്ഛത നടക്കുന്നു സോതോമിന്റെ അത് യഥാർത്ഥ ഊതനല്ല നാപ്പത്തി ഒൻപതിൽ അവരെ കൊണ്ടുവന്ന അർമീനിയൻ സ്വദേശികൾ റഷ്യയോട് ചേർന്ന പ്രൊവിൻസുകളിൽ നിന്ന് യഹൂദനിലേക്ക് ഇസ്രയേലിന്റെ വടക്ക് അതിർത്തി റഷ്യയുമായിട്ട് പങ്കിടുന്നുണ്ട് അങ്ങനെ കൊണ്ടുവന്നതിൽ ഒരു ഭാഗമാ ഈ ഇന്നത്തെ ചൂതാട്ട ക്ലബ്ബ് നൈറ്റ് ക്ലബ്ബ് മുഴുവൻ എറുസലേമിനകത്ത് നാപ്പത്തി ഒമ്പതിൽ അമേരിക്ക പറഞ്ഞു ഇപ്പോഴേ അധികാരം കൊടുക്കണ്ട പക്ഷേ റഷ്യ കൈ ഉയർത്തിയിട്ട് പറഞ്ഞു യഹൂദന് ഒരധികാരം കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ നയൻറ്റീൻ ഫോർട്ടി നയനിൽ ഫെബ്രുവരി മാസത്തിൽ ഇസ്രയേൽ എവിടെ അംഗമായി യു എനിൽ അംഗമായി രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഒലിവുമലയുടെ നെറുകയിൽ എന്റെ യേശു പറഞ്ഞൊരു കാര്യമുണ്ട് അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പയും അതിന്റെ കൊമ്പിളതായി കണ്ടില്ലേ നാൽപ്പത്തി ഒമ്പതിൽ തുടങ്ങി രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞ് ഇന്ന് ഇരുപത്തിരണ്ട് വർഷം എഴുപത്തിരണ്ട് വർഷമായിരിക്കുന്ന ഈ യഹൂദൻ തൊടാത്ത ഒരു മേഖലയുണ്ടോ ഇസ്രയേൽ എന്ന് പറയുമ്പോൾ ലോകം കിടുങ്ങുന്നു അവനെ കാണാത്ത പത്രമില്ല അവനെ കാണാത്ത മീഡിയ ഇല്ല ലോകത്തിന്റെ കടികാരമായി അവൻ വെച്ചെങ്കിൽ അടുത്തപടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഒരു യുദ്ധം നടന്നു അറബ് ഇസ്രയേൽ വാർ ജർമ്മനിയിലെ നാസർ ഈജിപ്തിലെ നാസറും അതുപോലെ തന്നെ ഈ സൗദി അറേബ്യ മുഴുവൻ പറഞ്ഞ് ഞങ്ങളെ അവൻ ഭൂതലത്തിൽ നിന്ന് തുടച്ചു മാറ്റും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അബ്രഹാം ഇസഹാക്ക് യാക്കോബ് ഹല്ലെ ലൂയ ഇവർ ചവിട്ടിയ കിഴക്കൻ ജെറുസലേം പ്രമാണം ഇസ്രയേലിന്റെ ഉണ്ടായിരുന്നു കരമടച്ചവർ കൈക്കലാക്കിയപ്പോൾ ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ ജെറുസലേ പാരമുള്ള കല്ലായി നയൻറ്റീൻ സിക്സ്റ്റി സെവനിൽ മാറിൽ ഇന്നേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് കൊല്ലം മുമ്പ് സക്കരിയാവ് എഴുതി വെച്ചു അന്നാളിൽ ജെറുസലേമിന് ഞാൻ പാരമുള്ള ഒരു കല്ലായി വെക്കും ലോക രാജ്യങ്ങൾ മുഴുവൻ അങ്ങനെയെങ്കിൽ ഈ ജെറുസലേം ഇസ്രയേലിന്റെ കസ്റ്റഡിയിൽ കൊണ്ടുവരുമോ പലസ്തീൻ ഒരു നിശ്ചിത അധികാരം ഇസ്രയേൽ ഗവൺമെന്റിന് ഒരു അധികാരം ഇവനൊരു അധികാരം മക്കളെ പത്ത് മിനിറ്റ് കൊണ്ട് ഈ കാര്യം ഞാൻ നിർത്തിത്തരാം ഇനിയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കും എന്നെങ്കിലും നിങ്ങൾ കാര്യം മനസ്സിലാവും ഇതിനെതിരെ ജാതികൾ കൂടി വരും പ്രിയപ്പെട്ട ദൈവമക്കളെ ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ നാല് വാർഷികപ്പം നടക്കുന്നത് നമ്പർ വൺ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് സിയോൺ സംഘം നൂറ്റി ഇരുപത് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് അത്തിച്ചടി കുഴിച്ചു വെച്ചു രണ്ടായിരത്തി പതിനേഴ് നൂറ് കഴിഞ്ഞു മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് പതിനാലാം തീയതി ഡേവിഡ് ബെൻഗൂറിയോൻ കൊടി ഉയർത്തി ഇന്നത്ര നാൽ നാൽപ്പത്തെട്ടിന് എൺപത് കൊണ്ട് കൂട്ടുമ്പോൾ എഴുപത് കൊണ്ട് കൂട്ടുമ്പോൾ രണ്ടായിരത്തി എട്ട് കഴിഞ്ഞു എഴുപതിന് പുറത്തായി തീർന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അറബ് ഇസ്രയേൽ വാർ ആറ് ദിന യുദ്ധത്തിൽ പിതാക്കന്മാർ ചവിട്ടിയ ഭൂമി അവർക്ക് കൈവശമായി കിട്ടിയെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കളെ യഹൂദനോടുള്ള നാല് വാർഷികം നിലനിൽക്കുമ്പോൾ ഇതിനവർ വിശേഷിപ്പിക്കുന്നു യഹൂദന്റെ ഒരു സംവത്സരത്തിന്റെ നിറ നിറവിന്റെ ശബത്തുകളുടെ ശബത്തും അന്ത്യനാളുകൾ ഈ കാലഘട്ടത്തിൽ നമ്പർ വണ് പരിഭ്രമ മാത്രമുള്ള ഒരു കല്ലാ ഭാരമുള്ള കല്ലാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് രണ്ടാമത്തെ സംഭവം രണ്ടാമത്തെ സംഭവം ദൈവ കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം തെളിവ് ഞാൻ കാണിച്ചു തരാം ദാ കിടക്കുന്നു പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മാസം ആറാം തീയതി ട്രംപ് ജെറുസലേമിനെ ഇസ്രയേലിന്റെ തലസ്ഥാനമാക്കി നമ്പർ വൺ രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മാസം ആറാം തീയതി ട്രംപ് ജെറുസലേമിനെ ഇസ്രയേലിന്റെ തലസ്ഥാനമാക്കി ടെല്ലവീവ് മാറ്റിയിട്ട് നമ്പർ വൺ രണ്ടാമത്തെ സംഭവം ദാ കിടക്കുന്നു ലോകം വിട്ടുനിന്നു ടെല്ലവീവ് മാറിയിട്ട് ട്രംപിന്റെ മകൾ ഇവാങ്കലിൻ കൂടെയുള്ള ചെറുപ്പക്കാരൻ മരുമകൻ ജാറേദ് കുഷ്ണർ എട്ട് മെയ് പതിനാലാം തീയതി യഹൂദൻ സ്വതന്ത്രമായ അതേ വർഷം നാൽപ്പത്തി എട്ടിന് എഴുപത് കൂട്ടിയാൽ രണ്ടായിരത്തി പതിനെട്ട് മെയ് പതിനാലാം തീയതി ഈ അമേരിക്ക അവിടെ എംബസി എംബസി തുറന്നു പരിഭ്രമപാത്രം മൂന്നാമത്തെ സംഭവം ദാണ്ട് ഈ കാലഘട്ടത്തിനകത്ത് ജൂലൈ മാസം രണ്ടായിരത്തി പതിനെട്ട് പഠിക്കുന്നവർ യു എന്നിൽ അവരൊരു കത്ത് കൊടുത്തു ഇസ്രയേൽ യഹൂദരാഷ്ട്രം സങ്കീർത്തനം നൂറ്റണ്ട് പതിമൂന്ന് യഹോവ സിയോനോട് കരുണ കാണിക്കുകയും അതിന്റെ മതിലുകളെ പണിയുകയും ചെയ്യും അങ്ങനെയെങ്കിൽ ഈ തലമുറയിൽ ദാണ്ട് ഇസ്രയേലിന്റെ കയ്യിലുള്ള മിസൈൽ ഇതിന്റെ പേരാം സ്പാരോ ലോകത്തിന്റെ അഞ്ച് വൻകരകളിൽ വീഴുവാൻ അമേരിക്കയിലെ മൻഹാട്ടൻ മുതൽ എവിടം വരെ കന്യാകുമാരി കടൽ വരെ വീഴുവാൻ ഇസ്രയേലിന്റെ കയ്യിൽ മിസൈൽ റെഡിയായെങ്കിൽ നമ്മുടെ കൈകളിൽ ഇരിക്കുന്ന ബൈബിൾ പറഞ്ഞ പ്രവചനം നിവർത്തിയായി എന്താ പ്രവചനം അന്നാളിൽ ജെറുസലേമിന് ചുറ്റുമുള്ള സകല ജാതികൾക്ക് പരിഭവ പാത്രമായി ഞാൻ വെക്ക് അതൊരു ഭാരമുള്ള കല്ലായി മാറുമെങ്കിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഭാരമുള്ള കല്ലായി നയൻറ്റീൻ സിക്സ്റ്റി സെവനിൽ അറബ് ഇസ്രയേൽ വാർ രണ്ടാമത്തതിൽ ഇന്നത്തെ ട്രംപ് ഇതിന്റെ പിൻപിൽ പരിഭ്രമ പാത്രമുള്ള ഒരു കല്ലായി വെക്കെങ്കിൽ ഇതിനെതിരെ പ്രിയപ്പെട്ട ദൈവമക്കളെ ജാതികൾ ഇതിനെതിരെ എഴുന്നേറ്റ് വരും അതിനാധാരമായി എന്തുകൊണ്ട് ഈ റംസാൻ മാസത്തിൽ ഈ കോൺഫ്ലിക്റ്റ് നടന്നു ദൈവജനം ശ്രദ്ധയോടെ കേൾക്കണം ഇതിന്റെ പിൻപിൽ ഒരു ചരരുണ്ട് ഇതെത്താൻ പോകുന്ന ഒരു വേൾഡ് വാറിലേക്ക് ഈറ്റ് നോവിന്റെ ആരംഭം അത് പറയുമ്പോൾ ഇന്ന് രാത്രി അവസാനിപ്പിക്കാൻ ബാക്കി മറ്റൊരിക്കൽ പ്രിയപ്പെട്ട ദൈവമക്കളെ മനസ്സിലാക്കണം നാല് സംഭവങ്ങൾ ഈ കോവിഡ് ആരംഭിച്ചപ്പോൾ ഇവിടെ നടന്നു ഇതൊരു അന്ത്യകാലമാണ് നാല് സംഭവങ്ങൾ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ട്രംപ് ഒരു കാര്യം ചെയ്തു ഇസ്രയേലിന്റെ ആ ഇറാന്റെ ഒരു ഏറ്റവും നിർണായകമായ ഉപദേഷ്ടാവ് ഉണ്ടായിരുന്നു അവന്റെ പേര കസീം സുലൈമാനി അവരെ ഇറാൻ വിളിക്കുന്ന കൊമർ സുലൈമാനി ഈ കമർ സുലൈമാനിയെ മെഡിറ്ററേനിയൻ കടലിലെ അമേരിക്കയിലെ ഏഴാം കപ്പൽ പടയുന്ന ഡ്രോൺ അടിച്ചു കൊന്നു നമ്പർ വൺ ഇറാൻ ഇസ്രയേലിനെതിരെ നമ്പർ ടു രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസത്തിൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസത്തിൽ അടുത്ത സംഭവം നടന്നു ഇറാന്റെ ആണവ ഉപദേഷ്ടാവ് മൊഹസീൻ ഫക്കീർ സാദ അദ്ദേഹം ഇറാനിൽ ഒരു വണ്ടിക്കകത്ത് ശാസ്ത്രശാലയിൽ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിയന്ത്രിത മനുഷ്യൻ വഴി ഇസ്രയേൽ കൈകാര്യം ചെയ്തു ഇറാനെതിരെ രണ്ടാമത്തെ പടയൊരുക്കം മൂന്ന് ഈ കോവിഡ് കാലത്ത് ഈ റംസാൻ മാസം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏപ്രിൽ മാസത്തിൽ ഒരു സംഭവം നടന്ന മക്കളെ ഇറാന്റെ ആണവ കേന്ദ്രം അവിടെ യുറേനിയം പ്ലാന്റാ ആ യുറേനിയം പ്ലാന്റിനകത്ത് അവരെ സൈബർ ആര് ഹാക്കർ വഴി ഇസ്രയേൽ തകർത്തു അതിന് നമ്മുടെ നാട്ടിൽ ഒരു നല്ല പത്രമുണ്ട് മനോരമ ഞാൻ പത്രത്തെ കുറ്റം പറയുന്നില്ല പത്രം എഴുതി ഇറാന്റെ ആണവ കേന്ദ്രത്തിൽ വൈദ്യുതി കട്ടാക്കിയെന്ന് എത്ര നല്ല വാർത്തയാണെന്നറിയാമോ ഇസ്രായേലിൽ നിന്ന് മൊസാദിലെ രണ്ട് ചാരന്മാര് ഇറാനിൽ ചെന്നിട്ട് ആണവ കേന്ദ്രത്തിൽ നിന്ന് പീസ് ഊരിക്കൊണ്ടുവന്ന് ട്രാൻസ്ഫോമറിൽ നിന്ന് ഊരുന്ന പോലെ എത്ര നല്ല വാർത്ത അതല്ല യഥാർത്ഥത്തിൽ നടന്നത് നല്ല ഇംഗ്ലീഷ് മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തു ഇസ്രയേലിലെ മൊസാദിന്റെ വിദഗ്ധന്മാർ യുറേനിയം പ്ലാന്റിന്റെ മുഴുവൻ പ്രവർത്തനം water and electricity combination chemical മുഴുവൻ കട്ട് ചെയ്ത് ഇത് മൂന്നെണ്ണം കട്ട് ചെയ്താൽ ഇറാൻ വെറുതെ ഇരിക്കുമോ സ്വത്രം ഇറാൻ ഇസ്രയേലിനെ കയറി അടിച്ചാൽ അമേരിക്കയിലെ ഏഴാം കപ്പൽ പട സുന്ദരമായിട്ട് മെഡിറ്ററേനിയൻ കടലിലുണ്ട് ഇറാനെ അടിക്കും ഇറാനെ അടിച്ചു കഴിഞ്ഞാൽ ഒരു വേൾഡ് വാറിലേക്ക് പോകും അപ്പോൾ ഇറാൻ പ്രയോഗിച്ച ഒരു തന്ത്രമാ ഈ തന്ത്രത്തിന് പിൻപിൽ ലബനോൻ ഈ തന്ത്രത്തിന് പിൻപിൽ സിറിയയിലെ ബഷർ ഒന്നും അറിയാതെ നടക്കുന്ന വേറൊരുത്തനുണ്ട് തുർക്കിയിലെ തോയ്ബർ ദോഗൻ ആഗിയ സോബിയ പിടിച്ചടക്കിയവർ അവർ സപ്പോർട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഇറാന് ഈ ഇറാന്റെ കയ്യിലിരിക്കുന്ന ഷഹാബിന്റെ മറ്റൊരു പതിപ്പായ മിസൈലുകൾ ഹമാസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് കൊടുത്തു ഹമാസ് എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ പലസ്തീന്റെ വിമോചനത്തിന് വേണ്ടി പി എൽ ഒ മാറുന്നു അതിനുശേഷം ഗാസയിൽ പിടിമുറുക്കിയ ഇസ്ലാമിക് ബ്രദർഹുഡിന്റെ പേരാ ഈ ഹമാസ് ഹമാസ് ഒരു അതിതീവ്ര സ്വഭാവമുള്ള ഒരു സംഘടനയാ അഥവാ ജിഹാദ് വിശുദ്ധ യുദ്ധം അവർക്ക് രണ്ട് ബ്രിഗേഡ് ഉണ്ട് ഒന്ന് അൽക്കയും രണ്ട് അലക്സ ബ്രിഗേഡ് അവരെ ഇറാൻ പണം കൊടുത്തിട്ടാണ് ഈ നോമ്പ് കാലത്ത് തന്നെ ഇസ്രയേലിന് നേരെ എവിടത്തേക്ക് ഇന്ന് വരെ ജെറുസലേമിൽ മിസൈൽ വന്നിട്ടില്ല ജെറുസലേമിൽ വന്നു ടെല്ലവീവിൽ വന്നു ഇത് ഹമാസിന്റെ മിസൈലല്ല that means range seven seventy or fifty kilometre ഹമാസിന്റെ റോക്കറ്റുകൾ അത് മാറി അയൻഡോമിനെ തകർക്കുവാൻ നൂറ്റി ഇരുപത് മുതൽ നൂറ്റി എഴുപത് കിലോമീറ്റർ തെല്ലവീവ് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ഗസയിൽ നിന്ന് മെഡിറ്ററേനിയന്റെ കടലിന്റെ മേളിക്കൂടിൽ ജെറുസലേമിൽ വരെ വന്നുവെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കളെ പ്രസംഗിക്കുന്നവൻ മാറ് പ്രവാചകൻ വീട് ഉപദേശി പട്ടുപോകും രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം കൊല്ലങ്ങൾക്ക് മുമ്പ് സെക്കരിയാവ് എഴുതിയ പ്രവചനത്തിന്റെ നിവർത്തി ഈ കോവിഡ് കാലത്ത് കണ്ട തലമുറയോട് ദൈവത്തോട് ഇന്ന് രാത്രി ദൈവത്തിന്റെ ദാസനാകുന്ന ഞാൻ അറ്റമിട്ട് പി വൈ സിയിലെ യുവജനങ്ങളെ ഇന്ന് രാത്രി പറയുന്നു നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ ഇപ്പോൾ രക്ഷ അടുക്ക വാതിൽക്കലായിരിക്കുന്നു ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉടരുവാൻ നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് സമയത്തെ അറിയുകയാൽ ഈ സംഭവങ്ങൾ കാണുമ്പോൾ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം വാതിലുകള് നിങ്ങളെ തലകളെ ഉയർത്തുക പണ്ടയുള്ള കഥകള് ഉയർന്നിരിപ്പ് മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കാൻ കാലമായി ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാ നീ ഒരുങ്ങിക്കൊള്ളുക ലോകരാജ്യങ്ങളിൽ ഗർഭിണിക്ക് ലേബർ പെയിൻ വരുന്നത് പോലെ ഈ നോവിന്റെ ആരംഭം തുടങ്ങിയെങ്കിൽ ഇവിടെ ഒരു യുദ്ധത്തിന്റെ ശങ്കുലികൾ ഇറാനിനോടുള്ള ബന്ധത്തിൽ ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ നിടുവിൽ ഹമാസ് നിന്നുകൊണ്ട് ചെയ്യുമ്പോൾ അകത്തളം ജ്വലിക്കുന്ന ദൈവമക്കൾ പ്രിയന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ചു പറയും ഞങ്ങളുടെ കരങ്ങളിൽ ഇരിക്കുന്ന ബൈബിളിന്റെ വിശ്വസ്തമായ പ്രവചനങ്ങൾ കണ്ണുകൊണ്ട് കണ്ട തലമുറയ തൊണ്ണൂറ് ശതമാനം ഈ പ്രവചനങ്ങൾ കണ്ട തലമുറ മരണം കാണാതെ എടുക്കപ്പെടാറായി ഈ വൈസിയെ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന കൂട്ടത്ത് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചെറുപ്പക്കാരെ ഇതിന്റെ നടുവിൽ നിന്ന് വാർത്തെടുക്കട്ടെ തേജസിന്റെ സുവിശേഷം പറയുക ഉണർവിന്റെ വചനം പറയുക പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ പ്രവചനം പ്രസംഗിപ്പ ഇന്ന് രാത്രി ഒരു കൂട്ടം കുഞ്ഞുങ്ങൾ ഈ കൺവെൻഷൻ അകത്ത് പരിശുദ്ധാത്മാവ് ടച്ച് ചെയ്യുന്ന രാത്രിയായി മാറട്ടെ വിശ്വസിക്കുന്നവരിലേക്ക് ഈ ശക്തി വ്യാപരിക്കട്ടെ അങ്ങനെയെങ്കിൽ ഇനി ജാതികൾ എവിടെ വരും ഗസ ഒരു മെയിൻ കേന്ദ്രമായി വരും ഗസ ആക്രമിക്കപ്പെടും നാല് വാക്യം ഞാൻ വായിക്കും അഞ്ചാമത് കൺക്ലൂഷൻ പറയുമ്പോൾ നിർത്തും കാരണം വെച്ചാൽ ഈ കാര്യം വായിക്കാതെ പറഞ്ഞാൽ ചില പ്രിയപ്പെട്ടവർ പറയും ഇത് സജു ജാത്തന്നൂർ ഉണ്ടാക്കി പറയുന്നതെന്നല്ല നാല് പ്രവചനങ്ങൾ ഗസയെ പറ്റി നടക്കും അഞ്ചാമത്തത് യോവയിൽ അത് പറയുമ്പോൾ ഇന്ന് രാത്രി നിർത്താം ബാക്കി മറ്റൊരിക്കൽ ഒന്നാമത്തെ പ്രവചനം ആമോസിന്റെ പുസ്തകം ബൈബിൾ ഉള്ളവരെല്ലാം ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി പറയാം ആമോസിന്റെ പുസ്തകം പ്രിയപ്പെട്ട ദൈവമക്കളെ ഒന്നാം അധ്യായം ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ ബൈബിളിനകത്തുണ്ട് ആമോസിന്റെ പ്രവചനം ഒന്നാം അധ്യായം ആറ് ആ ഇതിന്റെ ഏഴ് വാക്യങ്ങൾ ശ്രദ്ധയോടെ ഞാൻ തന്നെ വായിക്കുന്നു ഗസയുടെ മൂന്നോ നാലോ അതിക്രമ നിമിത്തം അവരെ ഏതോമിനെ ഏൽപ്പിക്കേണ്ടതിന് ബത്തപ്പെട്ട് ബത്തന്മാരെ ആ സകലം കൊണ്ടുപോയിരിക്കാൽ പ്രിയപ്പെട്ട ദൈവമക്കൾ ശ്രദ്ധയോടെ ഇരിക്കണം ഗസയുടെ മൂന്നോ നാലോ അതിക്രമ നിമിത്തം ഗാസ കേന്ദ്രീകരിച്ച് ഹമാസ് നാല് പ്രാവശ്യം ഇപ്പൊ അതിക്രമം നടത്തിയിട്ടുണ്ട് ഒന്ന് രണ്ടായിരത്തി മൂന്ന് ഇസ്രയേലിനെ ആക്രമിച്ചു ആദ്യത്തെ റോക്കറ്റ് ഇടയ്ക്കിടയ്ക്ക് വിടുന്നെങ്കിലും പാക്റ്റായിട്ടുള്ളത് പിന്നെ രണ്ടായിരത്തി ഏഴിൽ രണ്ടാമത്തെ അറ്റാക്ക് ഗസയിൽ നിന്ന് ഇസ്രയേലിന് നേരെ ഉണ്ടായി ഗസയുടെ മൂന്നോ നാലോ അതിക്രമ നിമിത്തം അതിൽ മൂന്നാമത്തത് രണ്ടായിരത്തി പതിനാലില് അന്നാണ് ദിവസ യുദ്ധം ഉണ്ടായത് അന്ന് രണ്ടായിരത്തിൽ പരം പേർ കൊല്ലപ്പെട്ടു നാലാമത്തെ ഗസയിൽ നിന്നുള്ള അറ്റാക്ക് കണ്ട ഒരു തലമുറയ ഇന്ന് രാത്രി പി വൈ സിയുടെ മീറ്റിംഗിൽ ഇരിക്കുന്നത് ബിഫോർ മന്ത് കഴിഞ്ഞ മാസം നാം കണ്ടു കഴിഞ്ഞു നാലാമത്തെ അതിക്രമം ഇസ്രയേലിനെതിരെ അതിക്രമിച്ചു ഇസ്രയേൽ തിരിച്ചടിച്ചു ഇരുന്നൂറ്റി അറുപത് പേർ മരണപ്പെട്ടു പന്ത്രണ്ട് ഇസ്രയേൽ എന്തുകൊണ്ട് യുദ്ധം നിർത്തിയ നിന്നീ അവസാനം പറഞ്ഞു തരാം അത് വേറെയാ ഞാൻ ശിക്ഷ മടക്കി തരാതിരിക്കില്ല ഞാൻ ഗസയുടെ മതിലിനകത്ത് തീ അയക്കും പന്തം ചുഴറ്റി എറിയോന്നല്ല ഗസയുടെ മതിലിനകത്തെ കാറ്റം വെപ്പൺ അഥവാ നൂറ്റി അറുപത് വാർപ്ലൈൻസ് ഇസ്രയേലിന്റെ രണ്ട് ദിമോണ എയർപോർട്ടിലും അതുപോലെ തന്നെ ടെല്ലവീവിനും എൺപത് എൺപത് ഫൈറ്റേഴ്സ് ആ രാത്രി അടിച്ചത് തീ അയക്കും അത് അതിന്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും നിങ്ങളല്ല ആ ദിവസങ്ങളിൽ നല്ല ചെറുപ്പക്കാരിൽ ഇതെല്ലാം കേണം പ്രിയപ്പെട്ട ദൈവമക്കൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ട ദൈവമക്കളെ അന്ന് ഗസയുടെ അരമനകൾ നിങ്ങൾ കണ്ടില്ലേ അവിടുത്തെ പ്രമുഖ പത്രത്തിന്റെ ഓഫീസ് തകർത്തു കിൻഡർ ഗാർട്ടൻ നേഴ്സറി നടത്തു അതുപോലെ ചില പള്ളികൾ ഇതിന്റെ അണ്ടർഗ്രൗണ്ടിലെല്ലാം അണ്ടർഗ്രൗണ്ട് ഉണ്ടായതുകൊണ്ട് ഒരു മണിക്കൂർ മുമ്പ് ഇസ്രയേൽ ആ സ്ഥലത്ത് നിന്ന് ജനം ഒഴിഞ്ഞു പോകാൻ ആകാശത്തിൽ നിന്ന് തന്നെ അവരുടെ കാം റേഡിയോയിൽ കൂടെ മെസ്സേജ് കൊടുത്തിട്ട് ഫൈറ്റർ പറക്കുമ്പോൾ തന്നെ അവർ മെസ്സേജ് കൊടുത്തിരുന്നു താണ്ട് ഗസയുടെ അരമനകള് മുഴുവൻ ഞാൻ ദഹിപ്പിച്ചു കളയും അവൻ അസ്തോതിൽ നിന്ന് നിവാസിയെയും ഈ ഗാസയുടെ പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ കിടക്കുന്ന നാല് പട്ടണമാണ് അഷ്കലോൺ അസ്തോദ് യക്രോൺ അതിനോട് ചേർന്ന് ഒരു ഭാഗം ലോദ് എന്ന് പറയുന്ന ഉണ്ടായ സ്ഥലം ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കുന്നവർക്ക് അസ്തോദിൽ നിന്ന് നൂറുകണക്കിന് പേരെ അവർ മാറ്റിക്കളഞ്ഞു തീർന്നില്ല അസ്കലോനിൽ ചെങ്കോൽ പിടിക്കുന്നവനെ ഛേദിച്ചു കളയും അസ്കലോനിലായി മരണം നടന്നത് ജെറുസലേമിലും ടെല്ലവീവിലുമല്ല ഈ കാര്യം നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടു ദൈവദാസന്മാരെ ആരെയും കുറ്റം പറയാനല്ല ദൈവമക്കളെ ഇതാ പ്രവചനത്തിന്റെ നിവർത്തി ഒന്ന് നാല് അതിക്രമങ്ങൾ ഗസയിൽ നിന്ന് ഇസ്രയേലിനെതിരെ ഉണ്ടാവും ആമോസ് ആട്ടിടയൻ പറഞ്ഞു തീർന്നില്ല അത് നാല് നമ്മൾ കണ്ടു അസ്കലോനിലും അതുപോലെ തന്നെ അസ്തോതിൽ നിന്നും ജനങ്ങളെ ഒഴിച്ചു മാറ്റുന്നത് നാം കണ്ടു തീർന്നില്ല പകൽ പോലും ആൾക്കാരെ നിന്ന് ഒഴിച്ചു മാറ്റിക്കൊണ്ടിരുന്നു ഇവാക്വേഷൻ ഇതാ ഇന്നത്തെ ഗാസ ഇസ്രയേൽ കോൺഫ്ലിക്റ്റ് ഒരു പ്രവചനം രണ്ടാമത്തെ പ്രവചനം ഈ നാല് പ്രവചനം പറയുമ്പോൾ ഞാൻ നിർത്താം അതുകൊണ്ട് ഇത് എവിടെ ചെല്ലുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം രണ്ടാമത്തെ പ്രവചനം മനസ്സിലാക്കണം ഇസ്രയേലിനെ പറ്റിയുള്ള രണ്ടാമത്തെ പ്രവചനം സഫന്യാവ് അടുത്ത എടുത്തോണം ബൈബിളുള്ള എനിക്ക് തോന്നുന്നു ദൈവദാസന്മാരും സഹോദരിമാരും എല്ലാം ഇത് കേട്ടുകൊണ്ടിരിക്കുക രണ്ടാമത്തെ പ്രവചനം ഇത് ഇത് ഇത് വ്യക്തമായിട്ടുണ്ട് ഏതാ സബന്യാവ് സബന്യാവിന്റെ പുസ്തകം രണ്ടിന്റെ നാലും അഞ്ചും ആറും ബൈബിൾ ഉള്ളവരൊന്ന് നോട്ട് ചെയ്തോണേ കറക്റ്റ് ആയിട്ട് ഇത് ചാനലിൽ ചർച്ച പറയുന്നത് ഒന്നുമല്ല നമ്മുടെ ബൈബിൾ ആണല്ലോ നമ്മുടെ കാറ്റളവ് രണ്ടാമത്തെ പ്രവചനം സഫന്യാവ് രണ്ട് നാല് അഞ്ച് ആറ് അസ്കലോൻ ശൂന്യമായി തീരും അസ്തോദിനെ അവർ മധ്യാനത്തിൽ നീക്കിക്കളയും ഗസ നിർജ്ജനമാകും മൂന്ന് കാര്യം കണ്ടില്ലയോ പതിനഞ്ച് ലക്ഷം ഇസ്ലാം സഹോദരങ്ങൾ വസിച്ചുകൊണ്ടിരുന്ന ഗസയിൽ നിന്ന് വീടും കൂടും വിട്ട ആൾക്കാർ പലായനം ചെയ്യുന്നത് നിങ്ങൾ നാലാം അതിക്രമത്തിൽ കണ്ടു രണ്ട് അസ്കലോൻ ശൂന്യമായി തീരും മലയാളികളെ അടക്കം ബസ്സിനകത്ത് ഒഴിച്ചുകൊണ്ടുപോയി ആ ഈ ആക്രമണം പ്രതീക്ഷിച്ച് വേണ്ടത് അസ്തോദിന് അവൻ മധ്യാനത്തിങ്കൽ നീക്കിക്കളയും രാവെന്നോ പകലോ ഇല്ലാതെ ഗാസയിൽ നിന്ന് അസ്തോദിലേക്ക് ഇന്നത്തെ മെഡിറ്ററേനിയന്റെ ബോർഡർ ഗാസ മുനമ്പിന്റെ അഞ്ച് കിലോമീറ്റർ ആയിട്ട് കിടക്കുന്ന വ്യാപിച്ച് കിടക്കുന്ന അസ്തോദിലെ എക്രോ നിർമൂലമാക്കപ്പെടും കണ്ടോ അങ്ങനെയെങ്കിൽ അതിനോടനുബന്ധിച്ച് ഇസ്രയേലിന്റെ ലാസ്റ്റ് ബോർഡർ ട്രെയിലർ യാത്ര ചെയ്യുന്ന ബോർഡറായ എക്രോനെ നീക്കിക്കളയും ഇതിന്റെ ഇടയ്ക്ക് ഒരു പ്രവചനമുണ്ട് അതെല്ലാരും കൈവച്ചോണം ഈ പലസ്തീൻകാർ പറയുന്നത് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യില്ല ചില കാര്യമുണ്ട് സമുദ്ര തീര നിവാസികളെ ക്രേത്യ ജാതിക്ക് അയ്യോ കഷ്ടം ആ വാക്യം മനസ്സിലാക്കണം സമുദ്ര തീരത്ത് പാർക്കുന്ന ക്രേത്യ ജാതികളെ അയ്യോ കഷ്ടം ഫെലിത്യാസ് ദേശമായ കനാനെ ഇതാരാ ഈ ഗസ ഇതെവിടുന്നാ ഗാസ വരുന്നത് ഉൽപ്പത്തി പത്ത് പത്തൊമ്പതിലുണ്ട് ഞാൻ അഭാവം തൊടുന്നില്ല വായിച്ച സമയം പോകും അതിനകത്ത് സോർ സീതോൻ ഗസ ഇത് കനാന്റെ മക്കളാ ഈ ഗസയിലേക്ക് വന്നു കിടക്കുന്നത് അതാ ഫെലിസ്ത്യാദേശമായ ദേശമായ കനാന് ആ സോർ എന്ന് പറയുന്നത് ലെബനോൺ ഇന്നത്തെ ലെബനോൺ സീതോൺ അതിനോട് ചേർന്ന് വരുന്ന ഭാഗങ്ങൾ കനാനെ യഹോവയുടെ വചനം നിനക്ക് വിരോധമായിരിക്കുന്നു നിനക്ക് നിവാസികൾ ഇല്ലാതെ വണ്ണം ഞാൻ നിന്നെ നശിപ്പിക്കും കിടപ്പുണ്ട് അത് ദൈവാസ കാണിച്ചുകൊണ്ടിരിക്കുന്നു ഗരാർ വഴി സീതോൻ വഴി ഗസ എത്ര ക്ലിയർ ഉൽപ്പത്തി പത്ത് പത്തൊമ്പത് തീർന്നില്ല ന്യായാധിപന്മാർ വരുമ്പോൾ വീണ്ടും അതിനകത്ത് എഴുതിയിട്ടുണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകം നോക്കുമ്പോൾ നമ്മൾ വായിക്കുമ്പോൾ ഷിംഷോൻ ഇതെല്ലാം ഗസയാ ചരിത്രമുണ്ട് ബൈബിളിനകത്ത് അല്ലാതെ മെനഞ്ഞാന്ന് ഈ ചരിത്രകാരന്മാര് ചാനലിൽ വന്നിരുന്ന് പറയുന്ന ചരിത്രമല്ലത് രണ്ടാമത്തെ പ്രവചനവും സെഫന്യാവിൽ കൂടി ഇന്ന് രാത്രി കണ്ടു രണ്ട് വാക്യങ്ങൾ പറഞ്ഞ് കൺക്ലൂഷനിലേക്ക് വരാം ഇന്ന് രാത്രി അവസാനിപ്പിക്കാം മൂന്നാമത്തെ പ്രവചനം ഇരമ്യ പ്രവചനം ഏഴ് അഞ്ച് ആറ് ഏഴ് വാക്യങ്ങൾ ബൈബിൾ ഉള്ളവരെല്ലാം ഇത് നോട്ട് ചെയ്യണം ഇരമ്യ പ്രവചനം ഏഴ് അഞ്ച് ആറ് ഏഴ് ഇനി ഇസ്രയേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റ് എവിടെ ചെല്ലാൻ പോകുന്നു പറയാം തോയ് മർദ്ദോകനെ പറയുമ്പോൾ നിൽക്കും ഇരമയ പ്രവചനം ഏഴ് അഞ്ച് ആറ് ഗസയ്ക്ക് കഷണ്ടി വന്നിരിക്കുന്നു കഷണ്ടി എന്ന് വന്നറിഞ്ഞു കഴിഞ്ഞാൽ തലമുടി വെട്ടിയതെന്നല്ല ഗസയിലെ ബിൽഡിങ്ങുകൾ മൊത്തം ഇടിച്ചു രണ്ട് അവരുടെ താഴ്വരയുടെ ശേഷിപ്പായ അസ്കലോൻ മുടിഞ്ഞു പോയി എത്രത്തോളം നീ നിന്നെ തന്നെ മുറിവേൽക്കും ഗസയിൽ അറ്റാക്ക് കിടക്കുമ്പോൾ മെഡിറ്ററേനിയൻ കടലിൽ ഇന്ന് ഇസ്രായേലിന്റെ പരിധിയിലുള്ള അസ്കലോനും അതിൽ മുറിവേൽക്കപ്പെടും അത് മാത്രമല്ല അയ്യോ യഗോബയുടെ വാളെ നീ എത്രത്തോളം വിശ്രമിക്കാതെ ഇരിക്കും നിന്റെ ഉറയിൽ കിടക്ക വിശ്രമത്തിന് ശേഷം അടങ്ങിയിരിക്കാം ഇതിന്റെ പിൻപിൽ ഒരു കാര്യമുണ്ട് രണ്ട് കാര്യം പത്രക്കാർ മറച്ചു വെച്ചാലും നാട്ടുകാർ മറച്ചു വെച്ചാലും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്താ മനസ്സിലാക്കേണ്ടത് ഈ പലസ്തീൻ നിവാസികൾ ജെറുസലേമിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നിടത്തെല്ലാം കയ്യേറ്റം നടക്കുന്നുണ്ട് അത് തെറ്റല്ല ബി ബി സി സഹിതം കാണിക്കുന്നുണ്ട് ഇസ്രയേൽ പല പലരെയും കോടതിയുടെ കൽപ്പന പ്രകാരം ഇത് നമ്മുടെ ഭൂമിയാണെന്ന് പറഞ്ഞിട്ട് പലരെ ഒഴിവാക്കുന്ന ഒരു കാര്യം ഇവിടെ നടക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഗസയ്ക്ക് കഷണ്ടി വരും എന്താ ഗസയ്ക്ക് കൺഷ കഷണ്ടി വരുന്നതെന്ന് പറയാമോ ഇത് ഗസയിലെ ലീഡേഴ്സിനെ മുഴുവൻ എന്നുള്ളത് സ്വോത്രം അതിന്റെ അർത്ഥം തല പോലെ ഗാസയെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന പലരെയും കൈക്കല ലോകത്ത് നിന്ന് മാറ്റപ്പെടുത്തും ഏകദേശം പതിനെട്ട് ആർമി ലീഡേഴ്സിന് ഗാസയുടെ സ്ട്രിപ്പിനകത്ത് അന്നക്സ ബ്രിഗേഡിന്റെയും അൽക്കയൂം ബ്രിഗേഡിന്റെയും സീനിയർ പോസ്റ്റ് ഇവരെ മാറ്റിക്കളഞ്ഞു ഇനി ഈ പിന്നെ ഇതിന് കൊടുക്കുന്നത് ആരൊക്കെയാണെന്നറിയാം ഇതിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇന്നിപ്പം ഈ ഗസ സ്ട്രിപ്പുമായിട്ടുള്ള ബന്ധത്തിൽ ഈ അലക്സ ഇവർക്ക് ഹമാസിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വേറൊരു നേതാവുണ്ട് പലപ്പോഴും രക്ഷപ്പെട്ട മുഹമ്മദ് ഇസട്ട് ഇപ്പോഴും ഗാസയിലുണ്ട് അത് കഴിഞ്ഞിട്ട് അവരുടെ രണ്ട് നേതാക്കൾ ഇപ്പൊ ഗൾഫ് രാജ്യത്ത് തന്നെ കേട്ടുകൊണ്ടിരിപ്പുണ്ട് അവരോട് പറയാം അവരുടെ രണ്ട് നേതാക്കൾ ഖത്തറിലുണ്ട് ഒന്ന് കാലിദ് മിഷേൽ രണ്ട് മുഹമ്മദ് ഖനിയ അവർ രണ്ടുപേരെ ഖത്തറിൽ ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത് യു എ ഇക്കാരൻ ആരുമായിട്ട് കയ്യൊപ്പിട്ട് അബ്രഹാമിന്റെ അക്കോട് ആരുമായിട്ട് ഇസ്രയേലുമായിട്ട് കയ്യൊപ്പിട്ട് ബഹറിനും കയ്യൊപ്പിട്ട് കുവൈറ്റ് മിണ്ടുന്നില്ല സൗദിക്കാരൻ ഡബിൾ പ്ലേ കളിക്കുന്ന ഗൾഫുകാർ കേക്ക് ഒരു വശത്തൂടെ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെടും മറുവശത്തൂടെ പറയും യുദ്ധം നിർത്തണമെന്ന് മസ്കറ്റ് ഒന്നും മിണ്ടുന്നില്ല മസ്കറ്റ് ഇസ്രായേലിന് ചായ്വ പക്ഷെ ഇന്ന് ഈ പിന്നെ ഖത്തർ എന്ന് പറയുന്ന രാഷ്ട്രം അതുകൊണ്ട് നാട്ടുകാർ കേൾക്കണം അതുകൊണ്ടാണ് ഖത്തറിനെതിരെ ബാക്കി അറബ് രാഷ്ട്രങ്ങൾ ഉപരോധം പ്രഖ്യാപിച്ചതും ഈ ഹമാസിന്റെ ഫണ്ടിങ്ങും രണ്ട് നേതാക്കളെ അവിടെ താമസിപ്പിച്ചിരിക്കുന്നത് ഇന്ന് ഞാൻ ഒന്ന് അതിര് കടന്ന് പറയാം ചിലപ്പോൾ നാളെ എനിക്കെതിരെ പോസ്റ്റ് വരും ഇട്ടോട്ടെ കുഴപ്പമില്ല ഒരുപക്ഷെ ഈ ഗാസയെ ക്രമീകരിച്ച് ഇനി ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ആകാശത്ത് നിന്ന് ഖത്തറിലെ ഈ രണ്ട് നേതാക്കളെ അറബ് രാജ്യത്ത് കയറി ഇസ്രയേൽ അടിച്ചിരിക്കും സ്വത്രം അവൻ വിടത്തില്ല ഇപ്പൊ നിങ്ങൾ ഈ പ്രസംഗം കാണുമ്പോൾ നാളെ വാർത്ത കാണാം ഈ പ്രസംഗം നാളെ കാണുമ്പോൾ പി വൈ സിയുടെ ചെറുപ്പക്കാരോട് പറയാം മെഡിറ്ററേനിയൻ കടലിൽ സൂയസിന്റെ ഇതിനോട് ചേർന്ന് പോകുന്ന കപ്പലുകൾക്ക് വേണ്ടി ഒരു കപ്പലിൽ ഇറാൻ ഇട്ടിരുന്ന കർജ് എന്ന് പറയുന്നത് അത് ഇന്ന് രാത്രി ഇസ്രായേൽ ഇന്നലെ അങ്ങ് അടിച്ചു കളഞ്ഞു കർജിനെ കത്തിച്ചു ഇസ്രായേലിന് അറിയാം വീണ്ടും ഹമാസിന് സപ്പോർട്ട് ചെയ്യും ഇസ്രായേലിന്റെ സിഗ്നൽ പിടിക്കും അയൺഡോമിന്റെ സംവിധാനം ക്ലിയർ ആയിട്ട് അയൺഡോം എവിടെ വർക്ക് ചെയ്യുന്ന മിസൈൽ വരുന്നതല്ല ഇറാന്റെ കപ്പലിൽ നിന്ന് ഹമാസിന് കിട്ടിക്കൊണ്ടിരുന്നത് ആ കപ്പലിനെ തട്ടി നാളെ വാർത്ത വരും പക്ഷെ ഇസ്രായേൽ ഒന്നും വരത്തില്ല അങ്ങനെയെങ്കിൽ ഈ പോക്ക് മുറിവേറ്റതാ ഈ ഡേവിഡ് ബെൻകൂറിയോൻ ആരാന്നറിയാമോ അവൻ ഇസ്രായേൽ ഗോത്രക്കാരന് അവന്റെ പേര് ഡേവിഡ് ബെഞ്ചമിൻ എന്ന സഹോദരങ്ങൾ കേൾക്കണ ചരിത്രം ഞാനൊക്കെ ഇത് സ്റ്റേജ് പറയപ്പോ ഒരു അവസരം കിട്ടാത്തതുകൊണ്ട് ഈ ബെൻകൂറിയോൻ എന്ന് പറഞ്ഞ കരുത്തുറ്റവനെന്ന് അവന്റെ സ്ഥലം ജെറുസലേമ ആ ജെറുസലേമിലെ പതാകയിൽ ഇന്ന് സിംഹത്തയ കാണിച്ചിരിക്കുന്ന ബാക്കി എല്ലായിടത്തും ആറുകാലുള്ള നക്ഷത്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ഈ യു എൻ അകത്ത് ഇസ്രയേൽ ഒരു കൊടി ഉയർത്തും യുണൈറ്റഡ് നേഷൻസ് അന്ന് ജനിച്ച കുഞ്ഞ ബെഞ്ചമിൻ നെതന്യാകു ഇതെല്ലാം മനസ്സിലാക്കണം സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറയണം ഒരു മനുഷ്യന്റെ ആയുസ് എത്ര എഴുപത് ഏറെയാൽ എൺപത് ഇന്ന് ഇസ്രായേൽ സ്വതന്ത്രമായിട്ട് ഏകദേശം ഇരുപത്തൊന്ന് വർഷം കഴിഞ്ഞിരിക്കുക നാൽപ്പത്തൊമ്പത് യു എൻ കഴിഞ്ഞിട്ട് ആ എഴുപത്തൊന്ന് വർഷം അങ്ങനെയെങ്കിൽ കാലം ഇനി അധികമില്ല അതാ യേശു പറഞ്ഞ അത്തി തളിർത്തു കൊമ്പിളതായി റോമർ പതിനൊന്ന് പതിനഞ്ച് ഈ രണ്ട് വാക്യം പറഞ്ഞ് നിർത്താൻ മക്കളെ സമയം പോയി റോമർ പതിനൊന്ന് പതിനഞ്ച് അവരുടെ പ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകാരം മരിച്ചവരുടെ ഉയർപ്പ് casting of Israel authorisation of Israel അബ്രഹാമിന്റെ മക്കൾ ഇന്ത്യ അടക്കം കരാർ ഒപ്പുവെച്ചെങ്കിൽ ഇതെന്തിനാ ഇത് സംഭവിച്ചത് ഇന്ന് രാത്രി പി വൈ സിയില് എന്റെ കുഞ്ഞുങ്ങളെ എന്നെ സ്നേഹിക്കുന്ന ദൈവദാസന്മാരെ മരിച്ചവർ ഉയർക്കാറായി ഈ തലമുറയിൽ ദി ഓഫ് ഇസ്രയേൽ ലോകം അവനെ അംഗീകരിച്ചത് അവരുടെ പ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകാരം മരിച്ചവർ ഈ തലമുറയിൽ ഉയർത്തും രണ്ട് വാക്യമായിട്ട് നിർത്താൻ പോവുക സക്രിയ പ്രവചനം സമയം മുമ്പോട്ട് പോയി ഒമ്പത് അഞ്ച് ആറ് വാക്യങ്ങൾ അസ്കലോൻ അത് കണ്ട് ഭയപ്പെടും കണ്ടോ ഗാസയിലുള്ള സെക്രിയാവ് ഒമ്പത് അഞ്ച് ആറ് ബൈബിളുള്ള കുഞ്ഞുങ്ങൾ എടുത്തോണേ അസ്കലോൻ അത് കണ്ട് ഭയപ്പെടും ഗസയും എക്രോനും ഏറ്റവും വിറയ്ക്കും ഇസ്രയേലിന്റെ ചരിത്രത്തിൽ ആദ്യമായി മൂവായിരം മിസൈലുകൾ പലസ്തീന്റെ മണ്ണിൽ നിന്ന് ഗാസയുടെ മുനമ്പിൽ നിന്ന് എവിടത്തേക്ക് വന്ന് അഷ്കലോനിലും അസ്തോദിലും എക്രോനിലും വീണപ്പോൾ ഇന്ന് രാത്രി കരമുയർത്തി പറയണം നമ്മുടെ കരങ്ങളിൽ ഇരിക്കുന്ന ബൈബിളിന്റെ അന്ത്യകാല പ്രവചനം കണ്ട ഒരു തലമുറയോട് ഇന്ന് രാത്രി എളിയ ദൈവദാസൻ നിങ്ങളോട് വചനം പറയുന്നത് കേടുന്നില്ല ഗസയിൽ നിന്ന് രാജാവ് നശിച്ചു പോകും അതിന്റെ അർത്ഥം ഈ ഹമാസിനെ ക്ലിയർ കട്ട് തുടച്ചു മാറ്റും ഇനി നിങ്ങൾ എന്തെഴുതിയാലും ഗസയിൽ നിന്ന് രാജാവ് തുടച്ചു മാറ്റപ്പെടും അസ്കലോൻ നിവാസികളെ ഇല്ലാതായി തീരും ഇസ്രായേൽ അടുത്ത് ചെയ്യാൻ പോകുന്ന കാര്യം ഞാൻ പറയാം ഇനി അസ്കലോണിലെ കഥയും വികസനം കൊടുക്കത്തില്ല കൈവയ്ക്കും എലാത്തിലേക്കും ആളെ മാറ്റിക്കൊണ്ടുവരും ഇപ്പൊ യഹൂദൻ ബുദ്ധിയുള്ളവനെ സാധാരണ വ്യക്തിയല്ല അങ്ങനെയെങ്കിൽ അസ്കലോണിന് നിവാസികളില്ല അസ്തോതിൽ ഒരു കൗടല ജാതി പാർക്ക് എന്ന് വെച്ചാൽ മിക്സ് ആയിട്ട് കിടക്കുന്ന കൗടിലയ ജാതി പാർക്കും തീർന്നില്ല ഫെലിസ്തീനയുടെ ഗർവം ഞാൻ ഛേദിച്ച് കളയും പോരെ ഫലസ്തീനുമായിട്ടുള്ള ബന്ധത്തിൽ ഇതൊരു കോൺഫ്ലിക്റ്റിലാവും എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ ദൈവകുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ മക്കളെ ഇന്ന് രാത്രി മൂന്നാമത്തെ സബ്ജക്റ്റിലേക്ക് വരുവാം ഈ നാല് കാര്യം കസയ്ക്ക് നേരെ ഉണ്ടായാൽ ജാതികൾ അതിനെതിരെ വിരോധമായി കൂടി വരും നമ്പർ വൺ ഭാരമുള്ള കല്ല് അറുപത്തേഴ് നമ്പർ ടു രണ്ടായിരത്തി പതിനേഴ് പരിഭ്രമപാത്രമായി ട്രംപ് എംബസി യു എന്നിൽ അവൻ യഹൂദരാഷ്ട്രം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ കോവിഡ് കാലത്ത് ദാ കിടക്കുന്നു പാത്രമായി ജെറുസലേമിന്റെ മണ്ണിലേക്ക് ജാതികൾ വിരോധമായി അടി തുടങ്ങിയപ്പോൾ ജാതികളെല്ലാം എഴുന്നേറ്റില്ലേ ഇനി ഒരു കാര്യവും കൂടെ ദൈവമക്കൾ നോട്ട് ചെയ്യണം സിറിയായി അവൻ അടിക്കാൻ പോവുക ഇസ്രായേൽ ബൈബിളിനകത്തുണ്ടോ ഡമാസ്കസ് തീരും ബൈബിൾ ഉള്ളവരെന്ന് എടുത്തു വായിച്ചോണം എസയാ പ്രവചനം പതിനേഴ് ഒന്ന് രണ്ട് അവൻ ദമ്മശേഖിന്റെ മതിലുകളെ ഇടിച്ച് അതിനെ കൂമ്പാരമായി കൂട്ടും ഈ ആക്രമം സോറിലേക്ക് ചെല്ലും ആ വാക്യം ഞാൻ എടുക്കുന്നില്ല ലബനോ നാല് മിസൈൽ ഇങ്ങോട്ട് വിട്ട് ഇസ്രായേലിലോട്ട് അപ്പം ആ ദാണ്ട ദൈവദാശം കാണിക്കുന്നു ദൈവ അനുഗ്രഹിക്കട്ടെ മോനെ ധമ്മശേഖനെ കുറിച്ചുള്ള ഒരു പ്രവചനം ഇതാ ധമ്മശേഖ് അഥവാ ഡമാസ്കസ് ഇന്നത്തെ ആധുനിക ഡമാസ്കസിനെ ഇസ്രയേൽ അടിക്കും മക്കള് ഇപ്പൊ ഹമാസിനെ അടിക്കത്തില്ല ത്രീ കൺട്രീസിനെ അറ്റാക്കിയും ആയുധം കൊടുത്ത് ഹമാസിനെ സഹായിച്ച ഇറാനെ ഒതുക്കോവൻ രണ്ട് സിറിയനെ അവ അടിക്കും ഡമാസ്കസിന് ലെബനോനിനെ അവ അറ്റാക്കിയും തുർക്കിയെ ഇപ്പൊ അറ്റാക്ക് ചെയ്താൽ തുർക്കിയുടെ പ്രസിഡന്റ് ഒവൈസി മുസ്ലിങ്ങളുടെ നേതാവ് അപ്പൊ ജാതികൾ വിരോധമായിട്ട് വരും ലാസ്റ്റിലെ അത് നടക്കത്തോള് അങ്ങനെയെങ്കിൽ ഇനി എന്താ സംഭവിക്കുന്ന ഇന്ന് രാത്രി നിർത്താം ഇതൊരു വിശുദ്ധ യുദ്ധമായി മാറുമോ യോവേലിന്റെ പ്രവചനം ബൈബിളുള്ള കുഞ്ഞുങ്ങളെല്ലാം എടുക്കണം യോവേലിന്റെ പ്രവചനം ഇന്ന് രാത്രി ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാം യോവേലിന്റെ പ്രവചനം മൂന്നാം അധ്യായം അതിന്റെ ഒമ്പതാമത്തെ വാക്യം യോവേലിന്റെ പ്രവചനം യോവേലിന്റെ പ്രവചനം അതിന്റെ മൂന്നാം അധ്യായം അതിന്റെ ഒമ്പതാമത്തെ വാക്യം ഇത് അങ്ങനെ മാറ്റല്ലേ ഇത് ജാതികളുടെ ഇടയിൽ വിളിച്ചു പറവിൻ വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങിക്കൊള്ളവിൻ എത്ര പേര് ഇന്ന് രാത്രി ബൈബിള് ഇത് കേൾക്കുന്നു സജുജാത്തിന് ഒരു പറയുന്ന ഒരു പ്രവചന മക്കളെ ദൈവാത്മാവിൽ ഇത്രയും പഠിക്കുവാനും ദൈവസന്ധിയിൽ ചരിത്രം പഠിക്കുവാനും ഇത്രയൊക്കെ ഭാഗ്യം ലഭിച്ചുകൊണ്ട് ശരീരത്തിന് സുഖമില്ലെങ്കിലും ഇന്ന് രാത്രി തൊണ്ട കീറി നിങ്ങളോട് പറയുന്നത് ഇത് ജാതികളുടെ ഇടയിൽ വിളിച്ചു പറവിൻ വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുവിൻ ബൈബിളുള്ളവര് ഇപ്പൊ കാര്യം റെഡിയായോ ജാതികൾ ജെറുസലേമിനെ ചവിട്ടും വിശുദ്ധ യുദ്ധം വിശുദ്ധ യുദ്ധം എന്ന് പ്രഖ്യാപിക്കുന്ന ഒരേ ഒരു തലമുറയുള്ള അവര് ഇസ്ലാം സഹോദരങ്ങളാണ് ആണോ യോ സകല യോദ്ധാക്കളും ആ മോന വാക്യം കാണിക്കുന്നുണ്ട് മോനെ കാണിയൊരു തീരാൻ പോവാ ലോകം അങ്ങനെയെങ്കിൽ സകല യോദ്ധാക്കളും അതിനെതിരെ കൂടി വരാൻ പോവുക വിശുദ്ധ യുദ്ധം യുദ്ധത്തിനകത്ത് ഒരുവൻ മരിച്ചാൽ അവന് സ്വർഗരാജ്യം കിട്ടും അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു മതം ഇസ്ലാം സഹോദരങ്ങളാണ് അതിനെ പ്രൊവൈഡ് ചെയ്യുന്ന വേർഡ് ജിഹാദ് നാല് അതിക്രമം കഴിഞ്ഞാൽ ഗസയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ ലോകം രണ്ട് ചേരിയിലേക്ക് നീങ്ങിയാൽ ഒരു വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി ജെറുസലേം ഒരുങ്ങാൻ പോകുന്നു അതിന്റെ പേരാ ജിഹാദ് സക്കരിയാവിന്റെ നാല് കാര്യം നിങ്ങൾ കണ്ടില്ലേ നമ്പർ വൺ ഞാൻ വരച്ചു കാട്ടിയിലെ ഭാരമുള്ള കല്ല് നമ്പർ ടു പരിഭ്രമ മാത്രമാക്കി ട്രംപതിനെ അതിനെ മാറ്റിയില്ലേ നമ്പർ ത്രീ ഇപ്പം പലസ്തീനെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഇസ്രയേൽ പിന്നെ ഖമാസിനെ അടിക്കാൻ തുടങ്ങിയപ്പോ തൊയ്ബർ പറഞ്ഞ എന്തോ ഇസ്രയേൽ ഭീകരരാഷ്ട്രം അവനെ തുടച്ചു നീക്കണം കാര്യങ്ങൾ കൈവിട്ടു പോകാൻ പോകുന്നു നാല് ഇതെവിടെ നടക്കും അതിന്റെ പതിനൊന്നാമത്തെ വാക്യം ചുറ്റുമുള്ള സകല ജാതികളുമാരേറെ ബന്ധപ്പെട്ട് വന്നുകൂടി മോനെ അതൊന്ന് കാണിച്ചേരെ യഹോശാഭാത്ത താഴ്വരയിൽ അത് നടക്കും നടക്കാൻ പോന്നു ഇസ്രയേലിനോടനുബന്ധിച്ചൊരു യുദ്ധം സ്തോത്രം ഇന്ന് രാത്രി ഞാൻ നിർത്താൻ പോകുന്നു ഈ കോവിഡ് കാലത്ത് യഹൂദൻ മടങ്ങുന്നു എത്യോപ്യയിൽ നിന്ന് മടങ്ങുന്നു അമേരിക്കയിൽ നിന്ന് എൺപതിനായിരം പേര് മടങ്ങി ഡൽഹിയിൽ നിന്ന് മനുഷ്യ ഗോത്രക്കാർ മടങ്ങിയെങ്കിൽ ഇന്ന് രാത്രി ഒരു വാർത്ത ഞാൻ പറയാൻ പോവാ ലിക്വിഡ് പാർട്ടി മുപ്പത്തൊന്ന് സീറ്റ് കാവൽ ഗവൺമെന്റ് ഇസ്രയേലി നാല് ഇലക്ഷൻ നടന്ന എല്ലാ പ്രസംഗത്തിലും ഞാൻ പറയുക അങ്ങനെയെങ്കിൽ ഇന്ന് വരെ ഒരു സ്റ്റേബിൾ ഗവൺമെന്റ് ഇല്ല താണ്ട മോൻ കാണിക്കുന്നു സകല യുവതികളുമാര് ജാതികൾ ഇസ്രായേലിൽ വന്ന് ജെറുസലേമിനെ ബന്ധപ്പെട്ട് വന്നുകൂടും അടുത്ത വാക്യം ഒന്ന് കാണിച്ചേരാ മോനെ രാത്രി രണ്ട് മിനിറ്റ് പോലെ നാളെ യോഗമില്ലല്ലോ കാണിച്ചേരെ യഹോഷാഭാത്ത് താഴ്വരയിൽ ജെറുസലേമിനെ ക്രമീകരിച്ച ഒരു വാർ ദാണ്ട ഗസ അസ്കലോൺ അസ്താദ് അസ്തോദ് എക്രോ സോറ് സീതോൻ ഇന്ന് രാത്രി ഇതെല്ലാം ചരിത്രത്തിൽ നിന്ന് ഞാൻ വരച്ചു കാട്ടിയിട്ട് കുഞ്ഞുങ്ങളെ കൈവിടപ്പെട്ടു പോകരുത് നിത്യതയ്ക്ക് വേണ്ടി യഹോഷാഭാത്ത് താഴ്വരയിലേക്ക് ഒരു യുദ്ധം വരാൻ പോവുകയാണ് താണ്ട് ജാതികൾ ഉണർന്ന് യശോശാപത്ത് താഴ്വരയൊക്കെ പുറപ്പെടട്ടെ അവിടെ ഞാൻ ചുറ്റുമുള്ള സകല ജാതികളെ ന്യായം വിധിക്കും അതാ കഠിനമായി മുറിവേൽക്കപ്പെടും മക്കളെ ബാക്കി ഭാഗം മറ്റൊരിക്കൽ ഇന്ന് വരെ ഇത്രയും സംഭവം കണ്ണുകൊണ്ട് കണ്ടെങ്കിൽ യേശു ക്രിസ്തു വരുന്നതിന് മുമ്പ് സ്നാപക ഞാൻ വന്നതുപോലെ ഇന്ന് തുർക്കിയിൽ ഒരുവൻ വന്ന് തോയ് ഹാഗിയ സോഫിയ ഒരു ഡബിൾ പ്ലേ അവൻ കളിച്ചു ഡബിൾ പ്ലേ കളിച്ചത് എന്താണെന്ന് അറിയാമോ അവൻ ആദ്യം പറഞ്ഞു പിന്നെ ഇസ്രയേല് ഭീകരരാഷ്ട്രം എന്നിട്ട് മാർപ്പാപ്പയ്ക്ക് അവൻ ഫോൺ ചെയ്തു ഇസ്രയേലിനോട് യുദ്ധം നിർത്താൻ ഡബിൾ പ്ലേ യേശു ക്രിസ്തു വരുന്നതിന് മുമ്പ് ശ്രാപക യോഹനാൻ വന്നതുപോലെ ആന്റി ക്രൈസ്റ്റ് വരുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട ദൈവമക്കള് തോയ്ബർദോഗൻ വന്നെങ്കിൽ ലോകം രണ്ട് ചേരിയിൽ കോവിഡിൽ ഗസ അറ്റാക്കിൽ ആര് ഒന്ന് സിറിയ രണ്ട് ലബനോൻ മൂന്ന് തുർക്കി നാല് ഇറാൻ ചൈന അവന്റെ കൂടെ റഷ്യ ആദ്യം തന്നെ പറഞ്ഞു യുദ്ധം നിർത്തണമെങ്കിൽ ഇസ്രയേലിനിപ്പുറത്ത് ഒരു കൂട്ടം രാഷ്ട്രങ്ങൾ ഇസ്രയേലിനെതിരെ നിൽക്കുമ്പോൾ മറ്റൊരു തലത്തിൽ ബ്രിട്ടൻ ഒരു കൂടെ ഫ്രാൻസ് ഒരു കൂടെ ജർമ്മനി ഒരു കൂടെ കണ്ണടച്ചുകൊണ്ട് ഇന്ത്യ ഒരിടത്ത് അപ്പച്ചൻ വാതക്ക നിപ്പുണ്ട് അവന്റെ പേര് അമേരിക്ക അമേരിക്ക സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നിടത്തോളം കാലം ഇസ്രായേലിനെ ആരും അടിക്കത്തില്ല ഇരമ്യാ പ്രവചനം നിന്റെ കൂട്ടുകാർ നിന്നെ വിട്ടുപോകുന്ന ഒരു കാലം ഈ തലമുറയിൽ വരാൻ പോകുന്നെങ്കിൽ അപ്പൻ മാറിയാൽ ഇസ്രായേൽ അടി വരുമെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കള് ജാതികൾ എരിശലേമിനെതിരെ വിരോധമായി കൂടി വരും ബന്ധപ്പെട്ട യോദ്ധാക്കളെ നിങ്ങൾ ഉണരുവിൻ വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങവർ യഹോശാപാത്ത് താഴ്വരയിൽ വെച്ച് ഒരു യുദ്ധം ആരംഭിക്കാനുള്ള വഴികൾ ഇന്ന് രാത്രി തലമുറ കണ്ടെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം ആ യുദ്ധത്തിന്റെ വെടിക്കെട്ടുകൾ നൂറ്റി ഇരുപത് ഇരുപത്തിനാല് ഫൈറ്ററുകൾ ആകാശത്തിനകത്ത് ഗസയിൽ കറങ്ങിയതുപോലെ ഇരുപത്തൊന്ന് രാഷ്ട്രങ്ങളുടെ ഫൈറ്ററുകൾ യഹൂദന്റെ ആലയത്തിന് വേണ്ടി ജെറുസലേമിന് ടെല്ലവീവില് ആക്രമണം തുടങ്ങുന്നതിന് ഒരു ശങ്കുലി മധ്യാകാശത്തിൽ മുഴങ്ങുന്നതിന് മുമ്പ് ഇവിടെ ഒരു ശങ്കുലി മധ്യാകാശത്തിൽ മുഴങ്ങ് കർത്താവ് തൻ ഗംഭീരനാഥ് പ്രധാന ദൂതന്റെ ശബ്ദം ദൈവത്തിന്റെ കാകൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക് ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെടുവാൻ കാലമായി ഇന്ന് രാത്രി ആ ശങ്കുലി മധ്യാകാശത്തിൽ മുഴങ്ങുന്നതിന് മുമ്പ് അകത്തൊരു സംഗലി മുടങ്ങ് പരിശുദ്ധാത്മാവിന്റെ മുദ്ര പ്രാപിച്ചവർ ഓ മരണം കാണാതെ എടുക്കപ്പെടാൻ കാലമായി പി വൈ സിയെ ഇപ്പോഴാകുന്നു സുപ്രസാദ കാല് ഇതാകുന്നു രക്ഷാ ദിവസം മറ്റൊരുത്തനിൽ ഇന്ന് രാത്രി രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏക നാമം യേശുവിന്റെ നാമം ഇതുവരെ ആരെങ്കിലും യേശുവിനെ സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗസ പലസ്തീൻ സംഘട്ടനം കണ്ടിട്ട് ഇന്ന് രാത്രി പറ ലോകരാജ്യം അസ്തമിക്കാറായി എന്നാൽ അത് അസ്തമിക്കുന്നതിന് മുമ്പ് നീതി സൂര്യൻ ശാന്തിയോടെ മധ്യാകാശത്തിൽ വെളിപ്പെടാൻ കാലമായി ചെറുപ്പക്കാരെ ദൈവദാസന്മാരെ സഹോദരന്മാരെ കർത്താവിന്റെ വേലയിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുവിൻ ഈ പ്രവചനത്തിന്റെ വാക്ക് ദൈവദാസനാകുന്ന ഞാൻ അക്കമിട്ട് പറയുമ്പോൾ ദാണ്ടേ ഗ്യാൻസ് പ്രതിരോധ മന്ത്രി സ്വോത്രം മാറാൻ പോവാം നിങ്ങളെ കാണാൻ പോകുന്ന വാർത്ത ഇസ്രയേലിനെ പറ്റി ഞാൻ പറയാൻ പോവാ ഇനി ഒമ്പത് ഒമ്പത് എം പിമാരുള്ള യാമിന യാമിനയുടെ ഒരു ചെറുപ്പക്കാരൻ നാപ്പത്തൊമ്പത് വയസ്സുള്ളവനാ ഏരിയൽ ഷാരോൺ ഇസ്രായേലിന്റെ ബുൾഡോസർ അവന്റെ കീഴിൽ നിന്ന് വളർന്ന ഒരുത്തന ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയാവാൻ വരാൻ വരുന്നത് ബെനറ്റ് നപ്താലി നപ്താലി ബെനറ്റ് അവൻ ബെഞ്ചമിൻ അതിലെ പോലെ കഠിന ഹൃദയമുള്ള നാൽപ്പത്തി ഒമ്പതുകാരൻ ചുറുചുറുക്കുള്ള പ്രീ വയസ്സിലെ ചെറുപ്പക്കാരാണൊക്കെ ഉള്ളത് അവനൂടെ വന്നാൽ കാര്യങ്ങളെല്ലാം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയത്തില്ല ലോകൻ രണ്ട് ചേരിയിലേക്ക് നീങ്ങുമ്പോൾ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം വാക്സിന് വേണ്ടി നിങ്ങളുടെ മൊബൈലിൽ നിന്ന് മെസ്സേജ് കൊടുക്കുമ്പോൾ മൊബൈലിനെ ട്രിപ്പിൾ സിക്സ് അടിസ്ഥാനപ്പെടുത്തി അറുന്നൂറ്റി ആറിന്റെ മുദ്രയുമായി അവൻ അടുത്ത വാതിൽക്കൽ നിൽക്കുന്നു അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൽ ഒരു വശത്ത് ഇസ്രയേലിന്റെ വേനൽ എടുക്കുമ്പോൾ ഇന്നേക്ക് രണ്ടായിരം കൊല്ലങ്ങൾക്കുമ്പോൾ മുമ്പ് മലയുടെ നെറുകയിൽ യേശുനാഥൻ പറഞ്ഞു ഗുരു അതെപ്പോൾ സംഭവിക്ക് നിന്റെ വരവിന് ലോകാവസാനത്തിലും അടയാളം എന്നത് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ എന്റെ നാഥൻ മുട്ടുമടക്കി ഒലിവുമലയുടെ നെറുകയിൽ പറഞ്ഞ പ്രവചനം ആർത്തിയാകുന്ന ഇസ്രയേൽ തളിർത്തു അതിന്റെ കൊമ്പിളതായി കോവിഡ് വാക്സിന്റെ നേവൽ ലോകം ഒരുവന്റെ കയ്യിലേക്ക് നിങ്ങളുടെ ആധാറിന്റെ ഡേറ്റയും പാസ്പോർട്ടിന്റെ ഐ ഡിയും ഡേറ്റ ഒരുവന്റെ കയ്യിലേക്ക് എത്തുമ്പോൾ ഇന്ന് രാത്രി കർട്ടന് പിൻപിൽ അവനടുക്ക വാതിൽക്കലായിരിക്കുമ്പോൾ ഈ സംഭവം കണ്ട തലമുറയോട് ഇന്ന് രാത്രി ദൈവത്തിന്റെ ദാസന ഞാൻ അക്കമിട്ട് വേദനയോടെ ശ്വാസമുട്ടോടെ പറയുന്നു മരണം കാണാതെ ഈ തലമുറ എടുക്കപ്പെടാൻ കാലമായി ഇന്ന് രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ നിത്യത നഷ്ടപ്പെടുത്തരുത് ദൈവത്തിന്റെ ദാസമാരെ സോവി മാത്യൂസ് സാർ ഇവിടെ ഇരിപ്പുണ്ട് പതിമൂന്ന് പേരുള്ള ശാരോന്റെ ഒരു കൊച്ചു കൂട്ടായ്മയിൽ നിന്ന് ഭജനവുമായിട്ട് ഇറങ്ങിയതാ സ്വോത്രം ഒരു ഡോക്ടറേറ്റ് വേണ്ട പക്ഷേ സോവി മാത്യു സാറിന് അറിയാം ഫിലിപ്പിനും അറിയാം ശാരോന്റെ ജനറൽ കൺവെൻഷൻ വരെ പ്രസംഗിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു നിങ്ങൾക്കറിയാമോ ജീവിതത്തിൽ ഒരുപാട് കോഴിക്കോട് ഞാനിപ്പോഴും കരയാറുണ്ട് എൻ്റെ എം ഐ സി കിടക്കുമ്പോൾ കോഴിക്കോട് ഞാൻ ടൗൺ ഐ പി സിയിലാണ് പ്രസംഗിക്കുന്നത് കോഴിക്കോട് ചാനും ഉണ്ട് ജോസ് തോമസ് സാറും ഉണ്ട് രാത്രി രണ്ട് ടിക്കറ്റ് അമ്മ മരിക്കുമെന്ന് ഉറപ്പാണ് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കരയുമ്പോൾ ജോസ് തോമസ് സാറിന് റോയിച്ചാനും പറഞ്ഞു മാസ്റ്റർ വിപലമല്ല കർത്താവിന് വേണ്ടിയാ പ്രസംഗിച്ച് അമ്മ പോയാലും നീതിയുടെ ദൈവം മാനിക്കും ഞാൻ വന്നിറങ്ങിയപ്പോൾ അമ്മ മരിച്ച വാർത്ത കുട്ടി ഹോസ്പിറ്റലിൽ റെക്കമെൻഡ് ചെയ്ത് മോർച്ചറി അന്ന് എനിക്ക് കൺവെൻഷനില്ല പിറ്റേന്ന് അസംബ്ലി അസംബ്ലീസ് ഓഫ് ഗോഡില്ല കൺവെൻഷൻ സ്വത്രം തോമസ് കുട്ടി പാസ്റ്ററും ഇടമുളയ്ക്കല പാസ്റ്റർ എന്നെ വിളിച്ചു പറഞ്ഞു പാസ്റ്റർ എല്ലാവരും വരും നിങ്ങൾ വരണം ഞാൻ പറഞ്ഞു ച എൻ്റെ അമ്മ മരിച്ച് ബോഡി മോർച്ചറി അപ്പൊ അവിടുത്തെ പാസ്റ്റർ പറഞ്ഞ മരിച്ചവര് മരിച്ചു ദൈവദാസന് ചിലപ്പോ ഒരാത്മാവിന്റെ രക്ഷയ്ക്കായിരിക്കും നിങ്ങൾ വരണ്ട സ്വന്തം അമ്മയുടെ ഡെഡ് ബോഡി ഫ്രീസർ വെക്കുമ്പോൾ അടക്കം രണ്ടു ദിവസം കഴിഞ്ഞ് അതിന്റെ രണ്ടാം ദിവസം അഞ്ചലും കണ്ണുനീരോടെ പ്രസംഗിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു പി വൈ സിയിലെ ചെറുപ്പക്കാരെ ഇന്ന് രാത്രി പ്രതികൂല അധികം വരാം ബാലരാമപുരത്ത് കാഞ്ഞിരംകുളം ഏജിയുടെ കൺവെൻഷൻ രക്തം ഛർദ്ദിക്കുമ്പോൾ അവരെല്ലാവരും പറഞ്ഞ് പ്രസംഗം നിർത്താം മൂന്നാം ദിവസവും പ്രസംഗിക്കണം അതിന്റെ നടുവിൽ സ്വർഗത്തോട് പറഞ്ഞ് കർത്താവെ ഏത് വഴിക്കും തീരാം പക്ഷെ അതിന്റെ നടുവിലും ഒരാളെ എഴുന്നേൽപ്പിക്കാൻ കൃപ എനിക്ക് തരണേന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പ്രസംഗിച്ചതാ അല്ലേ എന്ന് നിങ്ങളുടെ കമ്പത് കഴിഞ്ഞു മക്കളെ എങ്കിലും ഇന്ന് രാത്രി പിൻപിൽ ഒരു അഭിഷേകമുണ്ട് എത്ര വയ്യാങ്കിലും സ്റ്റേജിനകത്ത് കയറുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം എനിക്കറിയാം അഞ്ചു പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കയറുന്നത് ഇതിൽ പങ്കെടുക്കുന്നവരല്ല എന്റെ സുഹൃത്തുക്കളെ മക്കളെ ഒരു കരം ഇറങ്ങിയുമെങ്കിൽ ഇന്ന് രാത്രി പി വൈസിയുടെ കുഞ്ഞുങ്ങളോട് ഞാൻ പറയുന്നു അതിരുകൾ മാറട്ടെ ചാനലും പാനലും ഒക്കെ മാറട്ടെ എ ജി ചർച്ചക്കോട് ശാരവന് ഡബ്ല്യു കല്ലുമല് അതുപോലെ തന്നെ ഇന്ത്യ ചർച്ചക്കോട് അപ്പോസ്റ്റോളിക്ക് ഇതിന്റെ അപ്പുറത്ത് നിന്ന് പിതാക്കന്മാർ കൊളുത്തിയതിന്റെ അപ്പുറത്ത് മതിലുകളെ മാറ്റിക്കൊണ്ട് അന്ത്യകാലത്തിന്റെ ഒരു ദൂത് ഏറ്റെടുത്തുകൊണ്ട് ചില കുഞ്ഞുങ്ങളെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ ഇന്ന് രാത്രി പി വൈ സിയിൽ എന്റെ മക്കളെ എന്റെ സഹോദരന്മാരെ എന്റെ കൂട്ടുവേലക്കാരെ അന്ത്യകാലത്ത് സകല ജടത്തിന്മേലും ഓ അന്ത്യകാലത്ത് തിമത്തിയോസ് പറയുന്നു ദുർഘട സമയം റിവൈസ് യോവേൽ പറയുന്നു അന്ത്യകാലത്ത് സകല ജടത്തിന്മേലും എന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ജനം പെന്തക്കോസ് യൂത്ത് കൗൺസിലിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വാർത്തെടുക്കട്ടെ ഇന്ന് രാത്രി സഹോദരങ്ങളോട് ഞാൻ പറയാം ഈ കല്ലുങ്ങൾ സഹോദരങ്ങളെ ചെറുപ്പക്കാര് ഞങ്ങളുടെയൊക്കെ ശബ്ദമൊക്കെ തീരാറായി ശ്രോത്രം എത്ര ദിവസം പിടിച്ചിരിക്കുമെന്ന് അറിയത്തില്ല എന്നാൽ ഇന്ന് രാത്രി എന്റെ കൂട്ടുവേലക്കാർ ഒരുപാട് നാളെ ഞാൻ പൗരസ്വാസമായിട്ടുള്ള കാര്യം പറയാം ബി വൈസിയോട് കൂട്ടുവേലക്കാർ പലരും നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി എപ്പ പോകുമെന്ന് അറിയത്തില്ല ഏത് മനുഷ്യന് ഉറച്ചു നിന്നാലും ഒരു ശ്വാസം മകളെ മകനെ കൊട്ടാരമായാലും മരണം നിശ്ചയമാ കോട്ടക്കകത്ത് മൃത്യു കടന്നു വരും ഇന്ന് രാത്രി മരിച്ചാൽ നിന്റെ നിത്യത എവിടെ മോനെ ഇന്ന് രാത്രി ഞങ്ങൾ ഈ വേദിക്കകത്ത് നിറഞ്ഞാലും ഈ ചെറുപ്പക്കാരിലെ ഒരു കൂട്ടം ജനത്തെ പരിശുദ്ധാത്മാവ് ലോകത്തിന്റെ അഞ്ചു വൻകരകളിലേക്ക് തീർന്നില്ല പി വൈ സിയുടെ കുഞ്ഞുങ്ങള് സുവിശേഷത്തിന്റെ മേഖലകളിലേക്ക് അശരണർക്ക് അല്ലെങ്കിൽ കോളനികളിലേക്ക് ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി ഒരു പാറ്റെങ്കിലും കൊടുത്ത് നിത്യരാജ്യത്തിന്റെ സുവിശേഷം പറയുക ആയിരങ്ങളെ പരിശുദ്ധാത്മാവ് വാർത്തെടുക്കട്ടെ ഭാരമുള്ള കല്ല് പരിഭ്രമപാത്രം ജാതികൾക്കെതിരെ കൂടെ കൂടി വരും യഹോശാപാത്ത് താഴ്വരയിൽ മുറിവേൽക്കപ്പെടും ചൂളമടി തുടങ്ങി സ്വർഗീയ കമ്പാർട്ട്മെന്റുകൾ ഇളകി വരാൻ കാലമായി രാത്രി ഏഴ് വർഷം കൊണ്ട് ഇത് തന്നെ കർത്താവിന്റെ വരെ പറയുന്നത് ബ്ലസൻ അതുകൊണ്ട് കണ്ടപ്പടെ പറഞ്ഞ അച്ചായൻ ഇത് പറയുന്നത് സന്തോഷമുണ്ട് ഡോക്ടറെ അങ്ങനെയെങ്കിൽ സ്വർഗീയ കമ്പാർട്ട്മെന്റുകൾ ഇളകി വരാൻ കാലമായി തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന രണ്ട് ടിക്കറ്റ് കിട്ടത്തില്ലേ മോനെ ഇന്ന് രാത്രി കരഞ്ഞുകൊണ്ട് പറയാം ഒന്ന് ഫ്ലാറ്റ് വൺ ടിക്കറ്റ് ഞാൻ എപ്പോഴും അവിടെ ഓഫീസിൽ വരുന്നുണ്ട് അറിയാം പത്ത് രൂപ എടുത്താൽ കിട്ടും ഒരു ചായക്കടയിൽ കയറാം പക്ഷെ നൂറ്റി അറുപതിന്റെ ഒരു ഏത് കിട്ടും ഒരു റിസർവേഷൻ കിട്ടി കിട്ടും പി വൈസയുടെ കുഞ്ഞുങ്ങൾ ഈ കോവിഡ് കാലത്തും ഇങ്ങനെ ഒരു യോഗം പലരും വെക്കാതിരുന്നപ്പോൾ ഇന്ന് രാത്രി ആദ്യമായിട്ട് കേൾക്കുന്ന പലരും ഉണ്ടെന്ന് എനിക്കറിയാം പ്ലാറ്റ്ഫോമിൽ ഇന്ന് രാത്രി രക്ഷയുടെ ടിക്കറ്റ് ബോർഡിംഗ് പാസ് കയ്യിലുള്ളവൻ ഒരു ഉറപ്പുണ്ട് ഇസ്രയേലിന്റെ വിഷയത്തിൽ ലോകം രണ്ട് ചേരിയിൽ ഒരു അടി തുടങ്ങാൻ കാലമായി എന്നാൽ ആ അടി ഇവിടെ ആരംഭിക്കുന്നതിന് മുമ്പ് കാൽവറിയിലെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ എന്റെ പ്രിയൻ പതിനായിരം പേർ സുന്ദരനായി മധ്യാകാശത്തിൽ വെളിപ്പെടാറായി ദൈവകുഞ്ഞുങ്ങളെ ദൈവദാസന്മാരെ ഇതാ അവൻ വേഗം വരുന്നു ഏത് കണ്ണും അവനെ കാണും അവനെ കൊത്തിത്തുളച്ചവരും അവനെ കാണും ഭൂമിയിലെ സകല ഗോത്രങ്ങൾ അവനെ ചൊല്ലി വിലപിക്കുമെങ്കിൽ തൊണ്ണൂറ് ശതമാനം പ്രവചനം കണ്ട് എന്റെ മക്കളെ നമ്മുടെ നാഥൻ വരാറായി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക ഈ വചനങ്ങളാൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സമാധാനത്തിന്റെ ദൈവം പി വൈ സിയെയും എല്ലാ മക്കളെയും കാക്കുമാറാകട്ടെ ഇന്ന് രാത്രി സോമിൽ ഞങ്ങളോട് സഹകരിച്ച എല്ലാ മക്കളെയും ആകാശവും ഭൂമിയെ സൃഷ്ടിച്ച യഹോവയാൽ കോവിഡ് കാലത്ത് കോഴി തന്റെ കുഞ്ഞുങ്ങളെ മറയ്ക്കുന്നത് പോലെ അത്യുന്നതന്റെ മറവിൽ തിരുമേനി മറച്ച് കാക്കണം ഗോഡ് ബ്ലസ് യു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ചില മിനിറ്റുകൾ കൂടുതൽ എടുത്ത് മക്കളെ ദയവായി ക്ഷമിക്കണം ഇത്രയെങ്കിലും പറഞ്ഞ് കാര്യം നടക്കത്തോളൂ God bless you every one thank you so വി പാസ്റ്റർ യേശു കർത്താവിൻ്റെ വരവിനെ ധ്യാനിച്ച് അല്പസമയം നമുക്ക് കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ചു നല്ല സമയം യേശുമണവാളൻ നമ്മെ ചേർക്കുക മധ്യവാനിൽ വേർപെടുക കാലം അസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ കരങ്ങൾ തട്ടി പ്രത്യാശയോടെ യേശുമാണവാളൻ നമ്മെ ചേർക്കുക മദ്യവാനിൽ വെളിപ്പെടുക കാലം അസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ കാണും നാം അന്നാടിൽ പ്രിയൻ പൊന്മുഖം ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ കാണും നാം അന്നാടിൽ പ്രിയൻ പൊന്മുഖം ചേർന്നു ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ കാണും നാം അന്നാടിൽ പ്രിയൻ പൊന്മുഖം യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോ കാന്തൻ യേശുവരാൻ കാലമാ ഒരു നാം വിശുദ്ധിയോടെ യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോ കാന്തൻ കാലമാ വിശുദ്ധിയോട് ഒരുങ്ങിയവർ പാടിക്കും ചേരുന്ന വേഗത്തിൽ ഇമ്പവിടതി കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം ചേരുന്ന വേഗത്തിൽ ഇമ്പവിടതി കാണുന്ന മന്നാളിൽ പ്രിയൻ ഹലലുയാ ചേരുന്ന നാം വേഗത്തിൽ ഇമ്പവിടതിൽ കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം രോഗദുഃഖങ്ങളും മരണമതും തെയിലും നീ ഭയപ്പെടാതെ ദേഹം മണ്ണോടു ചേർന്നെന്നാലും രൂപാന്തരം പ്രാപിക്കും രോഗദുഃഖങ്ങളും മരണമതും എല്ലും നീ ഭയപ്പെടാതെ ഈ ദേഹം മണ്ണോടു ചേർന്നെന്നാലും രൂപാന്തരം പ്രാപിക്കും ചേർന്ന് പാടി വേഗം നാം ഇമ്പവിടതിൽ കാണും നാം അന്നാടി പ്രിയൻ മുഖം ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ കാണും നാം പ്രിയൻ ചേരും നാം വേഗത്തിൽ ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ കാണും നാം പ്രത്യാശയോടെ പാടി ചടു ചട ഉയർക്കും വിശുദ്ധരല്ല കാഹളനാഥം കേൾക്കുമ്പോ പാരി പാത്തിടും നാം അന്നാളിൽ പരം പ്രാപിക്കും ചാടുചാടെ ഉയർക്കും വിശുദ്ധരല്ല കാഹളനാദം കേൾക്കുമ്പോ പാരി പാർത്തിടും നാമനാളിൽ രൂപാന്തരം പ്രാപിക്കും ചേരുന്ന ചേരും നാം വേഗത്തിൽ ഇമ്പവിടറി കാണും നാമനാളിൽ ആത്മാവിൽ പാടിക്കേ ചേരുന്ന വേഗത്തിൽ പ്രത്യാശയോട് ഞങ്ങൾ അയക്കുന്നതിനായി നന്ദി നന്ദി കർത്താവ് നന്ദി പറഞ്ഞ കർത്താവിന് രാത്രിയിലും അവിടുന്ന് നമ്മെ ആത്മാവിൽ പ്രത്യാശയിൽ നിറയ്ക്കുന്നതിനായി നമുക്ക് നന്ദി പറയാം ചേരും നാം വേഗത്തിൽ ഇമ്പവീടതിൽ ഒരുങ്ങാം വിശുദ്ധിയോടെ thank you pastor please please continue